സോ ഇന്ന് നമ്മൾ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ എസെൻഷ്യലായ ന്യൂട്രിയൻസിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ പാർട്ടിലും വരുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഒരു കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കുറച്ചുകൂടി നമ്മളൊന്ന് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് കുറവായിട്ട് വന്ന ആളുകൾക്ക് ഇത്തിരി ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ കുറച്ചധികം കാര്യങ്ങളും ടേംസും ടെക്നിക്കൽ ടേംസും ഉള്ള ഒരു പാർട്ടാണ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് പറയുന്നില്ല റിയാക്ഷൻസ് ആണെങ്കിലും അതിന്റെ ഒരു പാത്വേയും അതിന്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് പറയുന്നില്ല സോ എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സാധാരണ ഒരു കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രി ടെക്സ്റ്റിന്റെ ഒരു രീതിയിലില്ല അത്രയും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഇല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സോ ഇന്ന് നമ്മൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് യൂണിറ്റ് സിക്സ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് ഇതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു റിഗാർഡിങ് കാർബോഹൈഡ്രേറ്റ്സ് അതിന്റെ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് അതിൽ ഫുഡിലുള്ള അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല ബട്ട് ഒട്ടും തന്നെ സിമ്പിൾ ആയിട്ടും അല്ല മീൻസ് വളരെ വേഗമായിട്ടും അല്ല ഒരു നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉള്ള കിട്ടുന്ന രീതിയിൽ തന്നെയാണ് മെറ്റീരിയൽ പറയുന്നത് സോ ഇനിഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്കറിയാം കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വരുന്ന ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സുകളാണ് കാർബോഹൈഡ്രേറ്റ്സ് അതൊരു മെയിൻ എനർജി സോഴ്സ് ആണ് ഫോർ ലിവിങ് ഓർഗാനിസംസ് നമുക്ക് പല ഫുഡ് സോഴ്സിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ നമുക്ക് കിട്ടും അതിൽ ഒക്കറൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് uh, you must have studied that in plants, carbohydrates are distributed in two forms, starch in store, uh, stored form and cellulose in structural parts. അങ്ങനെ രണ്ട് രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സിൽ അത് സ്റ്റോർഡ് ഫോമിലും സ്ട്രക്ചറൽ പാർട്ടായിട്ട് അതിന് പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ അതിന്റെ സെല്ലിന്റെയും മറ്റു ഭാഗങ്ങളുടെയും പാർട്ടായിട്ടും രണ്ട് രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു glycogen is the storage carbohydrates in animal it's an important thing ഒന്ന് മാർക്ക് ചെയ്തേക്കുക സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ഇൻ ആനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഗ്ലൈക്കോജൻ പിന്നെ വന്നിട്ട് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു പേഴ്സൻറ്റേജ് പല രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ പേഴ്സൻറ്റേജ് ഓരോ പ്രൊഡക്റ്റിലുള്ളതിനും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ട് അതും ഇൻഫർമേറ്റീവ് ആണ് നോക്കി പോവുക എല്ലാവരും സോ ഇവിടെ ജസ്റ്റ് അതിപ്പോ ഒരു ബ്രീഫാണ് നമ്മളെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് sucrose is the same of the ചോദ്യം പിന്നെ കാർബോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത് carbohydrates are a class of organic compounds containing carbon hydrogen and oxygen and have a general formula C X H two O white where X and Y are the whole numbers okay so ഇതാണ് അതിന്റെ ജനറൽ ഫോർമുല കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഈ ഡിസ്ട്രിബ്യൂഷനിൽ may be C may be twelve three or four or five something like that അതിന് Y also no whole numbers അങ്ങനെ അതിന്റെ നമ്പർ ഓഫ് ചെയിൻസിന്റെയും ലെങ്ത് ഒക്കെ അനുസരിച്ച് ഈ എക്സ് വൈ നമ്പറുകൾ കൂടുകയും ആ രീതിയിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്യുന്നത് Due to this formula, they were once considered to be represented hydrated carbon or hydrates of carbon. Okay. നമുക്കറിയാം കാർബൺ ഹൈഡ്രേറ്റ്സ് കാർബൺ ഹൈഡ്രേറ്റ്സ് നിലയിലും നമുക്ക് ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയാവുന്നതാണ് okay this meaning fits well with the name carbohydrates carbon hydrates carbon hydrates എന്നുള്ളതിന് കാർബോഹൈഡ്രേറ്റ് എന്നുള്ളതിന് കാർബൺ ഹൈഡ്രേറ്റ്സ് എന്നുള്ളതിൽ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ however it was realise later that there was no water molecule in the molecular formula of carbohydrate അതുപോലെ new name simply saccharide derive from the saccharon meaning sugar was propose for this ഇതൊക്കെ ഇതിന്റെ നോമൻ uh, ക്ലേച്ചറുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടാണ് uh, പല പല കാലഘട്ടങ്ങളിൽ വന്ന അഡീഷൻസും മോഡിഫിക്കേഷൻസും അതിന്റെ നോർമൽ ക്ലേച്ചറിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്നതാണ് ഇനി ഇവിടെ നമ്മൾ വരുന്നത് സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഈ ഈ പാർട്ട് നമ്മൾ കുറച്ചൊന്ന് ടെക്നിക്കലാണ് നമ്മളെല്ലാവരും കെമിസ്ട്രി ഉള്ളവർക്ക് വളരെ ഈസി ആയിരിക്കും കാരണം ഇതൊരു ബേസിക് ലെവലിലെ പറഞ്ഞു പോയിട്ടുള്ളൂ അല്ല കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് the arrangement of atoms in carbohydrates in their simple linear form form a chain of carbon atoms in which except one all the carbon atoms carry one O H group each okay നമ്മൾ ഈ സ്ട്രക്ചർ കണ്ടാൽ അറിയാം അത് ചെയിൻ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞു അത് തന്നെയാണ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ഓരോ കാർബൺ ആറ്റം തമ്മിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ഫോമിലാണ് നിൽക്കുന്നത് ലീനിയർ ഫോമിലാണ് നിൽക്കുന്നത് in which except one all the carbon atoms carry one O H group ഇവിടെ നമുക്ക് ഈ കാർബൺ ആറ്റത്തിൽ ഒരു ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇപ്പുറത്തുണ്ട് ഇവിടെ ഒരു C H two O H ഉണ്ട് ഇവിടെ ആക്ച്വലി നമുക്ക് തോന്നും ഇത് ഒ എച്ച് ആണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് C double bond O H നിലയിലായിരിക്കും അപ്പൊ അതിന് ഒ എച്ച് എന്ന ലിങ്കിലായിരിക്കില്ല ഈ റെഡ് കളറിലുള്ള ഗ്രൂപ്പ് അപ്പൊ ഈ ഗ്രൂപ്പ് ഈ കാർബണാറ്റം ഒഴിച്ച് ബാക്കി എല്ലാ കാർബണാറ്റത്തിലും ഒരു ഒ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും പിന്നെ എല്ലാ കാർബണാറ്റം ലീനിയർലി ലിങ്ക്ഡ് ആയിരിക്കും അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് one carbon atom carries a carbonyl group that C double bond O അത് ഈ കാർബണാറ്റം ആയിരിക്കും C double bond O link ഉള്ള carbon atom the carbonyl group may be located at the end of the carbon chain as an aldehyde or inside chain as ketone അത് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് പോയിന്റാണ് ഈ രണ്ട് ചെയിൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ നമുക്ക് നമ്മുടെ സ്ട്രക്ചറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ചെയിൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു സ്മോൾ ചെയിൻ ആണ് ഇതൊരു ലാർജർ ചെയിൻ ആണ് ഇതൊരു ജനറൽ സ്ട്രക്ചർ ആണല്ലോ ഇത് small chain more than small chain it's general structure അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് ഇവിടെ കീറ്റോണിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്രക്ടോസ് ഈ രണ്ട് സ്ട്രക്ചറിൽ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും ഈ ഫോമില് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒ എച്ച് ഗ്രൂപ്പ് ഇല്ലാത്ത കാർബൺ ആറ്റം അതായത് കാർബണിൽ ഡബിൾ ബോണ്ട് പോലുള്ള കാർബോണിൽ ഗ്രൂപ്പ് uh, വരുന്ന കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഈ ചെയിനിന്റെ ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും നിൽക്കുന്നത് അതേസമയം അതൊരു കീറ്റോൺ ഫോമിലാണെങ്കിൽ ഈ കാർബണൽ ഗ്രൂപ്പ് വരുന്നത് ഇൻസൈഡ് ദ ലിങ്ക് ആയിരിക്കും ഇൻസൈഡ് ദ ചെയിൻ ആയിരിക്കും ദ ചെയിൻ ക്യാൻ ഹാവ് അല്ലെങ്കിൽ inside the chain is ketone അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയറിയാം um, ഇവിടെ ടോപ്പിലാണ് അല്ലെങ്കിൽ താഴെ ആയിരിക്കും ഏതെങ്കിലും എൻഡിലാണെങ്കിൽ ഇവിടെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ചെയിൻ്റെ ഉള്ളിലായിരിക്കും ഈ കാർബണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം it's aldehyde it's a ketone aldehyde എന്താണ് കീറ്റോൺ എന്താണെന്ന് കെമിസ്ട്രി അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർക്കും അതിപ്പോ നമ്മൾ അതിന്റെ പുറകെ പോകണ്ട ജസ്റ്റ് ഒന്നുമില്ല ഈ C H O double bond C H double C H double bond O വരുന്ന ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആണ് പൊതുവെ ആൾഡിഹൈഡ്സ് അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ടോ പിന്നെ അതിന് രണ്ട് കാർബണിന്റെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്സോ മറ്റെന്തെങ്കിലും ഗ്രൂപ്പ്സ് വരുന്ന കേസുകളാണ് കീറ്റോൺസ് അങ്ങനെയാണ് നമുക്കൊരു ജനറലി അതിനെ മനസ്സിലാക്കാം എക്സാക്ട് ഡെഫിനേഷൻ അതല്ലെങ്കിൽ പോലും പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഡെഫിനേഷനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച സമയങ്ങൾ വേണ്ട നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ പോവാം ഓക്കെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ജനറൽ ഫോമിൽ ഉള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത് നാല് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നുകൂടി എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും arrangement of atoms in carbohydrates in their simple linear form contains a chain of carbon atoms in which except one all the carbon atoms carry one OH group. അതാണ് അതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആണ് ഒന്ന് ലീനിയർ ആയിരിക്കും ലീനിയർ ആവാം അല്ലെങ്കിൽ ലിങ്ക്ഡ് ആണ് നമ്മളിനി ഫർദർ പഠിക്കുമ്പോൾ ചെയിൻ കൈൻഡ് ഓഫ് പഠിക്കും എങ്കിലും ഞാൻ പറയാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന നിലയിൽ പറയുന്നത് ലീനിയർ ആണെന്നുള്ള നിലയിൽ തന്നെയാണ് പറയുന്നത് പക്ഷെ അതിൽ എല്ലാ കാർബൺ ആറ്റംസും ലിങ്ക്ഡ് ആണ് ഒരു കാർബൺ ആറ്റത്തിൽ മാത്രം ഒരു കാർബണൽ ഗ്രൂപ്പ് ഉണ്ടാവും അതായത് C double bond O H ഉണ്ടാവും ബാക്കി എല്ലാ കാർബണാറ്റത്തിലും ഒരു ഒ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും ഇത് തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആൾഡിഹൈഡ് ആണ് ഒന്ന് കീറ്റോൺ ആണ് ആൾഡിഹൈഡ് ആകുമ്പോൾ ഈ C double bond O H എന്നുള്ള ഗ്രൂപ്പ് അതായത് സി എച്ച് ഒ ഗ്രൂപ്പ് അത് ആ ചെയിനിന്റെ ഒരു എൻഡിലായിരിക്കും അതേസമയം അത് കീറ്റോൺ ആണെങ്കിൽ ഈ carbonyl group C double bond O group അതൊരു ചെയിനിന്റെ ഇൻസൈഡ് ആയിരിക്കും ഇതാണ് ഇത് തമ്മിലുള്ള main difference okay On the basis of this uh, arrangement of atoms and groups, carbohydrates are defined as polyhydroxyaldehydes or ketones or the substances which gives aldehyde or ketone on breakdown. Okay. അത് basic functional group aldehyde ketone ആകുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്താലും നമുക്ക് ഈ ആൾഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ കിട്ടുന്ന പോളിഹൈഡ്രോക്സി ആൾഡിഹൈഡ് ഓർ കീറ്റോൺസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് അതൊരു അതിൻ്റെ ഒരു കെമിക്കൽ ഡെഫിനേഷൻ ആണ് നമുക്കതും നോക്കി the most common simple carbohydrate is a polyhydroxy aldehyde. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കാണാം ഈ സി എച്ച് ഒ ഗ്രൂപ്പ് എൻഡിലാണ് അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ആൻ ആൽഡിഹൈഡ് നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് ആകുമ്പോൾ സി എച്ച് ഒ ഗ്രൂപ്പ് എൻഡിലായിരിക്കും അപ്പൊ ഇവിടെ ഗ്ലൂക്കോസിൽ സി എച്ച് ഒ ഗ്രൂപ്പ് എൻഡിലാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇറ്റ്സ് ആൻ ആൽഡിഹൈഡ് പിന്നെ is a polyhydroxy fructose is a polyhydroxy ketone ഒരു എക്സാമ്പിൾ ഓഫ് കീറ്റോൺ ആണ് ഫ്രക്ടോസ് ഫ്രക്ടോസ് നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ പോളിഹൈഡ്രോക്സി കീറ്റോൺ ഇവിടെ carbonyl group inside the chain ആണ് അപ്പോൾ അതൊരു കീറ്റോൺ ആണ് അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും ബേസിക് ആയിട്ട് ഈ ജനറൽ ഫോമും ഈ രണ്ട് സ്ട്രക്ചറുകളും uh, നിങ്ങൾ ബൈഹാർട്ട് ഏതെങ്കിലും പഠിക്കണം കാരണം glucose and fructose it's an important structure ആണ് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ആൻസർ ചെയ്താലും നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാവുന്ന രണ്ട് മോളിക്യൂൾസ് ആണ് അപ്പൊ അങ്ങോട്ട് പോകുന്നതോറും കുറച്ചുകൂടി വലിയ മോളിക്യൂൾസിനെ കുറിച്ച് പറയുന്നുണ്ടാവാം അത് ചിലപ്പോൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓർത്തിരിക്കാനോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കേസുകളായിരിക്കാം പക്ഷെ മിനിമം ഈ രണ്ട് സ്ട്രക്ചർ എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക ഓൾമോസ്റ്റ് സിമിലർ ആണ് സ്ട്രക്ചർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കാർബൺ ആറ്റമാണ് രണ്ട് സ്ട്രക്ചറിലുള്ളത് വ്യത്യാസം വരുന്നത് ഈ സെക്കൻഡ് കാർബണിലും ഈ ഫസ്റ്റ് പോർഷനാണ് വൺ ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റംസിലാണ് ഈ ചെറിയ ഡിഫറൻസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കി ആൾഡിയേഡ് ആണെങ്കിൽ സി എച്ച് ഒ ആദ്യം വരും കീറ്റോൺ ആയതുകൊണ്ട് സി ഡബിൾ ബോണ്ടോ രണ്ടാമത് വന്നു അല്ലെങ്കിൽ ഇൻസൈഡ് ചെയിൻ വന്നു അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും ഈ സ്ട്രക്ചർ ഈ രണ്ട് മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ഈ ഡെഫിനിഷൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ് അതൊന്ന് നോക്കി പോവുക regarding the structure of carbohydrates okay ഇനി ഇവിടെ വന്നിട്ട് ലീനിയർ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് നമ്മൾ പറയുന്നത് ഒരു സൈഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധ്യത ഉണ്ട് okay Notable is the expression in two different crystalline forms. Uh, the linear structure of glucose shown in could explain many of its properties, but could not account for certain significant observations. Notable among them is uh, them being its existence in two different crystalline forms. These are obtained by crystallization from concentrated solution of glucose at different temperature. The two forms are different melting points also. This fact could be explained by proposing a cyclic structure for obtained when both of the oils. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിന്റെ രണ്ട് ക്രിസ്റ്റലൈൻ ഫോംസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ ഫോമിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിന്റെ ഒരു സൈക്ലിക് ഫോമിനെ കുറിച്ചാണ് പറയുന്നത് ആ സൈക്ലിക് ഫോമിനാണ് two different type of crystalline forms form ചെയ്യുന്നതും ആ സൈക്ലിക് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ആ സൈക്ലിക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ പറഞ്ഞു O H bond the structure is obtained when one of the O H ഗ്രൂപ്പിന്റെ open chain reacts with the C H group to form a cyclic hemiacetal അതാണ് ഈ cyclic hemiacetal it's a exact specific time നമ്മൾ ഈ സ്ട്രക്ചറൽ സൈക്ലിക് സ്ട്രക്ചർ ആകുമ്പോൾ അത് ആൽഡിഹൈഡിൽ നിന്ന് സൈക്ലിക് ഹെമി അസറ്റാളായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു സി എച്ച് ഒ ഉണ്ട് പിന്നെ നമ്മളുടെ ഈ ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്ന കാർബണിലുള്ള ഓയിച്ചും ഈ സി എച്ച് ഒയും തമ്മിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും സെമി അസെറ്റാൾ അതാണ് സംഭവം ഈ സെമി അസെറ്റാളിൽ തന്നെ at C five is involve in ring ഫോമുകൾ these two cyclic forms exist in equilibrium with open chain structure are shown figure six point phenomenal related to the existence of the two forms is called mutarotation ഓക്കെ അതായത് നമ്മളിവിടെ ഒരു ആദ്യം തന്നെ നമ്മൾ ഒരു ഓപ്പൺ സ്ട്രക്ചർ ആണ് ഗ്ലൂക്കോസിന്റെ പറഞ്ഞു വെച്ചത് this one is the open structure അതിനുശേഷം ഈ കാർബണാറ്റവും ഈ കാർബണാറ്റത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളും തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സൈക്ലിക് ഫോമിലേക്ക് മാറും ഓക്കെ ആ സൈക്ലിക് ഫോമിനെ രണ്ട് രീതിയിലാകാം ഒന്നല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിലോ എച്ച് ബോണ്ട് ഇവിടെ ഒ എച്ച് റൈറ്റ് സൈഡിലും അടുത്തതിൽ അത് നേരെ അതിന്റെ ഒരു മിറർ ഇമേജ് പോലെ മിറർ ഇമേജ് നമുക്ക് പറയാൻ പറ്റില്ല only with respect to this carbon വേണമെങ്കിൽ മിറർ ഇമേജ് എന്ന് പറയാം ആ കാർബൺ ആറ്റിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഈ രീതിയിൽ അതിനെ ഈ രീതിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ലിങ്കുകൾ അതിൽ ക്രിയേറ്റ് ചെയ്യും അപ്പൊ ഇങ്ങനെ രണ്ട് തരം സൈക്ലിക് ചെയിൻ സൈൽ ഫോം ചെയ്യുന്ന ഫോം ചെയ്ത് ഇത് സൊല്യൂഷനിൽ ഇതെല്ലാം ഒരു ഇക്വിലിബ്രിയത്തിൽ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ പൊതുവെ മ്യൂട്ട റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് കണ്ടിന്യൂ അപ്പൊ ഇതാണ് മ്യൂട്ട റൊട്ടേഷൻ മ്യൂട്ട റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നത്തിങ് മോർ ദാൻ നമ്മുടെ ഒരു നമ്മൾ ആദ്യം ഗ്ലൂക്കോസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറഞ്ഞു ഒരു ഓപ്പൺ സ്ട്രക്ചർ ആണ് ഈ ഓപ്പൺ സ്ട്രക്ചർ അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബൺ ആറ്റംസിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചെയിൻഡ് സ്ട്രക്ചർ ആവാം ക്ലോസ്ഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും ഈ ക്ലോസ്ഡ് സ്ട്രക്ചർ തന്നെ രണ്ട് രീതിയിലുണ്ട് അന്ന് ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻസ് അനുസരിച്ച് രണ്ട് രീതിയിലുള്ള ക്ലോസ് സ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്യും അപ്പൊ നമ്മളൊരു സൊല്യൂഷനിൽ ഈ മൂന്നും ഒരു ഇക്വിബ്രേഷനിലായിരിക്കും നിൽക്കുന്നത് ആ ആ അവസ്ഥ തന്നെയാണ് മ്യൂട്ടോ റൊട്ടേഷൻ എന്ന് പറയുന്നത് phenomena related to the existence of these two forms is called is rotation and this and section six point four detail ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ നമ്മൾ പഠിച്ചു ഒന്ന് സൈക്ലിക് ഹെമിയസെറ്റാൽ എന്ന് പറഞ്ഞു സൈക്ലിക് ഹെമിയസെറ്റാൽ എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഈ കൈൻഡ് ഓഫ് സൈക്ലിക് സ്ട്രക്ചറിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സൈക്ലിക് ഹെമി അസെറ്റാൾ പിന്നെ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ both kind of the cyclic forms will exist in a equilibrium state that is called mutarotation ഇത് രണ്ടുമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത് okay As can see in 6.2, two forms have been different stereochemistry at the first carbon atom. Okay, these are generally represented as a pyranose structures given 6.3. Okay, ഇവിടെ നമ്മൾ കണ്ട അതേ കാര്യം തന്നെയാണ് ഇതിനൊരു പൈറനോ സ്ട്രക്ചർ ഇത്തരം സൈക്ലിക് ആയിട്ട് തന്നെ ഇതിപ്പോ നമ്മളിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ ലീനിയർ ചെയിൻ ആണ് ഇവിടെ ഒരു നമ്മൾ സൈക്കിൾ ഒരു ലിങ്ക് ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ നോക്കിയാൽ ഓപ്പൺ ലീനിയർ ചെയിനിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ആക്ച്വലി അതിന്റെ സ്ട്രക്ചർ ഒരു ലീനിയർ പാറ്റേണിൽ ആവണം എന്നില്ല ഒരു പയറനോ സ്ട്രക്ചറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്താൽ ഇത് ഏറെക്കുറെ ഇങ്ങനെ ഈ തിക് ബോൺസ് ഒക്കെ പ്രൊജക്ഷൻസ് ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് <clears throat> ഒരുപാട് അങ്ങനെ കെമിസ്ട്രിയിലേക്ക് പോകണം നമുക്ക് അത്രയൊന്നും പോകണ്ട ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെയും ആ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ മ്യൂട്ടാ റൊട്ടേഷൻ നമുക്ക് മനസ്സിലായി എച്ചും ഒ എച്ചും എന്റെ പൊസിഷൻസിലാണ് ഈ റൊട്ടേഷന്റെ ഇക്വിലിബ്രിയം നിൽക്കുന്നത് സെയിം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആൽഫ ബീറ്റ ഫോംസ് ഉണ്ട് ആൽഫ ബീറ്റ ഫോംസിൽ ആൽഫ ഫോംസിൽ എച്ച് നമ്മളുടെ കാർബൺ നമ്മളിപ്പോ ഇതിനൊരു ഒരു എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എച്ചിനെ ഒരു പ്ലസ് വൈയിലേക്കും ഓ എച്ചിനെ മൈനസ് വൈയിലേക്കും വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് പറയാം ഓക്കെ ഒരു ഞാൻ ജസ്റ്റ് ഒരു എക്സാം ഒരു പറയാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറഞ്ഞാണ് എക്സ് എന്ന പ്ലെയിനിലാണ് ഈ സ്ട്രക്ചർ കിടക്കുന്നതെങ്കിൽ സി എക്സ് എന്ന പ്ലെയിനിൽ കിടക്കുകയാണെങ്കിൽ എച്ച് എന്നുള്ളത് ഒരു പ്ലസ് വൈയിലേക്കും ഒ എച്ച് എന്നുള്ളത് ഒരു മൈനസ് വൈയിലേക്കും ഒരു പേപ്പറിന്റെ മുകളിലേക്കും താഴേക്കും നിൽക്കുന്ന പോലെയാണ് ആൽഫ ഫോമിൽ ബീറ്റ ആകുമ്പോൾ ഒ എച്ച് എന്നുള്ളത് പേപ്പറിന്റെ മുകളിലേക്കും എച്ച് എന്നുള്ളത് പേപ്പറിന്റെ താഴേക്കും അപ്പൊ പേപ്പർ എന്നുള്ളതാണ് നമ്മളുടെ ഈ സ്ട്രക്ചർ എന്ന് നമ്മൾ കണക്കാക്കിയാൽ ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് ഈ മ്യൂട്ടർ റൊട്ടേഷൻ പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പയർനോ സ്ട്രക്ചറിൽ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് ആ കാര്യം തന്നെ പറയാണ് പയർനോ രീതിയിൽ റെപ്രസെന്റേറ്റ് ചെയ്യുമ്പോൾ അതിന് ആൽഫ ഫോം എന്നും ബീറ്റ ഫോം എന്നും രണ്ടായിട്ട് തിരിച്ച് പറയും അത്രയാണ് ഈ ഏരിയയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എക്സർസൈസ് നോക്കി പോവാം അടുത്തത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പല തരത്തിൽ കാർബോഹൈഡ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ ആണ് അപ്പൊ നമുക്ക് ഓർത്തിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഷുഗർ പറഞ്ഞു ഷുഗറിൽ തന്നെ മോണോ സാക്രൈഡ്സും ആൻഡ് ഡൈസാക്രൈഡ്സ് ഉണ്ട് അതെന്താണെന്ന് പറയുന്നുണ്ട് monosaccharides consist of a single polyhydroxy hydroxy aldehyde or ketone unit then cannot be hydrolysed into smaller such units glucose and fructose are common example of monosaccharides fructose or the മോണോസാക്രൈഡ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് മോണോസാക്രൈഡ്സിൽ പറഞ്ഞു consist out single polyhydroxy aldehyde നമ്മൾ നേരത്തെ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും സ്ട്രക്ചറിൽ കണ്ടതാണ് ഒരു poly consist of a single polyhydroxy aldehyde or ketone അതിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതാണ് ആക്ച്വലി പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളി ഹൈഡ്രോക്സി കീറ്റോൺ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ മോണോസാക്രൈഡിൽ ഇതിന്റെ ഒറ്റ യൂണിറ്റ് ആണ് ഉണ്ടാവുന്നത് സിംഗിൾ യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അത്തരം സാധനങ്ങളെയാണ് മോണോ സാക്രൈറ്റ്സ് എന്ന് പറയുന്നത് അതിനെ തന്നെ അതിന്റെ ചെയിനിൽ കാർബണാറ്റത്തിന്റെ ഓർഡറിനനുസരിച്ച് നമ്മൾ ട്രയോസിസ് ടെട്രോസിസ് പെൻഡോസസ് എക്സോസസ് എക്ടോസസ് എന്നൊക്കെ പറയും ഈ പേരുകളെല്ലാം വരുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ പേരുകൾ വരുന്നത് ട്രൈ ട്രയോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ കാർബൺ ടെട്രോസ് ആകുമ്പോൾ അത് നാലാവും പെൻഡോസ് ആകുമ്പോൾ അഞ്ചാവും ഹെക്സോസ് ആവുമ്പോൾ ആറാവും ഹെക്ടോസസ് ആവുമ്പോൾ ഏഴാവും കാർബൺ ആറ്റംസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് ഈ പേര് കൂടി പോകുന്നത് ഓക്കെ ഡൈസാക്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രണ്ട് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒറ്റ സ്ട്രക്ചറുകളാണ് ഡൈസാക്രൈഡ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു മോണോസാക്രൈഡ് എന്താണെന്ന് പറഞ്ഞു അതായത് നമ്മൾ ആദ്യം കണ്ട ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് പോലെയുള്ള പോളി പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഈ കീറ്റോൺസിന്റെ സിംഗിൾ യൂണിറ്റ്സുകൾ മാത്രം ചേർന്ന് നിൽക്കുന്ന കൈൻഡ് ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ മോണോസാക്രൈഡ് ഷുഗേഴ്സ് എന്ന് പറയുന്നത് ഷുഗേഴ്സിന്റെ കീഴിൽ വരുന്നൊരു ചേഞ്ച് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സബാണ് പിന്നെ ഡൈസാക്രൈഡ്സ് വരുമ്പോൾ ഡൈസാക്രൈഡ്സ് ഈ പറഞ്ഞ പോലെ മോണോഹൈഡ്രോസി ഈ പോളിഹൈഡ്രോസി സ്ട്രക്ചറേഴ്സ് ലിങ്ക് ചെയ്തിട്ട് ഒരു കുറച്ചുകൂടി വലിയ സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് സ്ട്രക്ചറുകൾ ചേർന്ന് ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ക്രിയേറ്റ് ചെയ്യും അതായത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകളിലുള്ള ഒ എച്ച് ബോണ്ടുകളും കാർബണിൽ ബോണ്ടുകളും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സാക്രൈഡ്സിനെയാണ് ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സുക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ചേരുമ്പോഴാണ് സുക്രോസ് അപ്പൊ ഒരു ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾ ആണ് സുക്രോസ് അതില് ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെയും സ്ട്രക്ചറുകൾ ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് മൂലം ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്ന സിംഗിൾ മോളിക്യൂളാണ് സുക്രോസ് ലാക്ടോസ് ആകുമ്പോൾ അത് ഗാലക്ടനോസും ഗ്ലൂക്കോസും തമ്മിലാണ് ലിങ്ക് മാൾട്ടോസ് ആകുമ്പോൾ ഗ്ലൂക്കോസും ഗ്ലൂക്കോസും തമ്മിലാണ് ലിങ്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാം ഇതെല്ലാം മോണോസാക്രേറ്റ്സ് ആണ് ഈ ലിങ്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മോണോസാക്രേറ്റ്സ് ആയിരിക്കും മോണോസാക്രേറ്റ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്ന രണ്ട് മോണോസാക്രേറ്റ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്ന സ്ട്രക്ചറുകളാണ് ഡൈസാക്രേറ്റ്സ് ഇവിടെ മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ നമുക്ക് കിട്ടി ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടനോസ് അങ്ങനെ ഒരു മൂന്ന് എക്സാമ്പിൾ നമുക്ക് കിട്ടി ഇവിടെ മൂന്ന് ഡൈക്രോസാക്രൈഡ്സ് കിട്ടി സൂക്രോസ് ലാക്ടോസ് മാൾട്ടോസ് അപ്പൊ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോവാ പിന്നെ ഇതിന്റെ സ്ട്രക്ചറുകൾ സ്ട്രക്ചർ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ കണ്ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഡെഫിനേഷൻസ് എഴുതുമ്പോൾ ഇത്തരം ചില ഡെഫിനേഷൻസിൽ ഈ ടേംസ് എന്തായാലും വരണം കാരണം കെമിസ്ട്രിയാണ് നമ്മളിവിടെ എഴുതുന്നത് അപ്പോൾ നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രി പഠിച്ചിട്ട് ഇതിന്റെ എങ്ങനെ ബോണ്ട് ഫോം ചെയ്യാനുള്ള എനർജി എന്താണ് എന്തൊക്കെ മോളിക്കൂൾ പോയി ഏതൊക്കെ തമ്മിലാണ് ആറ്റംസ് തമ്മിലാണ് ചേർന്നത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായി നോക്കി എഴുതേണ്ടത് നോക്കുക പിന്നെ സാക്രേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് സാക്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടിന് മേളില് മോണോസാക്രേറ്റ്സ് യൂണിറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുന്ന സിംഗിൾ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഒലിഗോ സാക്രൈഡ്സ് എന്ന് പറയുന്നത് oligosaccharides consider of short chains of monosaccharide units or ranging from three to nine joined by glycosidic bonds അതായത് മൂന്ന് മുതൽ ഒമ്പത് വരെ മോണോസാക്രൈഡ്സ് യൂണിറ്റ്സ് ജോയിൻ ചെയ്ത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന സിംഗിൾ ഒലിഗോ സാക്രൈഡ്സ് എന്ന് പറയുന്നത് these occur widely in small quantities in plant food products like cereals wheat and rice അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സിലാണ് ഇത് അധികമായിട്ട് കാണുന്നത് റാഫിനോസ് ഇസ് എ ട്രൈസാക്രൈഡ് ഇവിടെ റാഫിനോസിന്റെ സ്ട്രക്ചർ കൊടുക്കും നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ ഫോമാറ്റിലുള്ള ഇപ്പൊ സൂക്രോസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു അതിപ്പോ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നിട്ടാണ് സൂക്രോസ് ഉണ്ടായിരിക്കുന്നത് ഈ സ്ട്രക്ചർ നമുക്ക് അറിയാം അതിൽ വീണ്ടും ഒരു സൂക്രോ ഒരു ഗ്ലൂക്കോസും കൂടി വരുമ്പോൾ അത് റാഫിനോസ് ആവും വീണ്ടും ഒരു ഗ്ലൂക്കോസ് മോളിക്കുലർ ആയുമ്പോൾ സ്റ്റാക്യോസ് ആവും അപ്പൊ അങ്ങനെ ഓരോ തവണ മൂന്ന് മുതൽ ഒമ്പത് വരെ ഇത്തരം മോണോസാക്രൈഡ്സ് യൂണിറ്റ്സുകൾ ലിങ്ക് ചെയ്തുണ്ടാവുന്ന ലാർജ് മോളിക്യൂൾസിനെയാണ് ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ പേര് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കും ഇപ്പൊ മോണോ ഡൈസാക്രൈഡ് ഒലിഗോസാക്രൈഡ്സ് മോണോസാക്രൈഡ്സിൽ സിംഗിൾ യൂണിറ്റ്സ് ആയിരിക്കും ട്രൈസാക്രൈഡ്സിലാകുമ്പോൾ മോണോസാക്രൈഡ് യൂണിറ്റ്സിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള രണ്ട് മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകളായിരിക്കും ഒലിഗോസാക്രൈഡ്സ് ആകുമ്പോൾ മൂന്ന് മുതൽ ഒൻപത് വരെ മോണോസാക്രൈഡ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ലാർജ് മോളിക്യൂൾസ് ആയിരിക്കും ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒലിഗോസാക്രൈഡ്സും കഴിഞ്ഞു വരുന്ന സ്റ്റേജിനെ പോളിസാക്രൈഡ്സ് എന്ന് പറയും പോളിസാക്രൈഡ്സിൽ വരുമ്പോൾ ഈ ഒൻപത് തൊട്ട് മുകളിലേക്ക് അത് എത്ര വരെ വേണമെങ്കിലും പോവാം നൂറ് വരെ അല്ലെങ്കിൽ ആയിരം വരെ പോവാൻ ലിങ്ക് ചെയ്ത് വരുന്ന മോളിക്യൂൾസിനാണ് പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അമൈലോസ് അമൈലോ പെക്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം കോമ്പൗണ്ട്സിന്റെ ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കുറെ വലിയ സ്ട്രക്ചറുകളാണ് അപ്പൊ നമ്മളൊരു ഓർഡറിൽ നിന്ന് മനസ്സിലായി monosaccharide disaccharide oligosaccharide and polysaccharide അപ്പൊ ഇതിന് ഓരോ ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം ഓരോന്നിന്റെ ഒരു എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കാം എന്താണ് അതിന്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ നമുക്കൊരു ഓർഡറിൽ പോവാം നമ്മുടെ മെറ്റീരിയൽ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഇത് പറയുന്നത് ഭയങ്കരമായ നമുക്ക് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും കൃത്യമായി ഫോളോ ചെയ്ത് പഠിച്ചു പോകാവുന്ന രീതിയിൽ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫർദർ റീഡിങ്ങിന് പോയാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൂ പക്ഷേ ഈ ടെക്സ്റ്റ് നോക്കി പോയാൽ നമുക്കൊരു കൃത്യമായിട്ട് കിട്ടും ഇവിടെ നമ്മൾ നോൺ സ്റ്റാർച്ച് പോളിസാക്രൈഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അത് മെയിനായിട്ട് cellulose hemi cellulose pectins hydrocolloids ഇതൊക്കെ എന്താണെന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ ഇതിൽ പറയുന്നുണ്ട് thousand several thousand glucose unit joined by beta glycosidic linkage okay സെല്ലുലോസിൽ ഒരു ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് thousands of glucose units join ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിസാക്രൈഡ്സും അതിന് അത് ഏത് തരത്തിലുള്ള ബോണ്ടുകളും വഴിയാണെന്നും അതിന്റെ സൊല്യൂബിലിറ്റി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റ് ഏരിയയിൽ പറഞ്ഞു പോകുന്നത് ചില എക്സാമ്പിൾസും മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോന്നും ഡീറ്റെയിലേക്ക് പോയാൽ നമുക്കത് കൂടുതൽ സമയം പോകുന്നതാണ് ഇപ്പൊ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതല്ലെങ്കിൽ പോലും ഇതൊന്നും വെച്ചിട്ടൊന്നും അന്ന് ഈ മെറ്റീരിയൽ മാത്രം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഓർഡറിൽ വളരെ സിമ്പിൾ ആയിട്ട് വിത്ത് എക്സാമ്പിൾ സ്ട്രക്ചർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് മേക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ടോപ്പിക് ഇനി വന്നിട്ട് അതിന്റെ ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു ജനറൽ കൈൻഡ് ഓഫ് തിങ് നിലയിൽ വായിച്ചു പോകാവുന്നതാണ് ഒന്ന് അതിന്റെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ നമുക്കറിയാം പൊതുവെ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതാണ് നമുക്കറിയാം ഇപ്പൊ സ്റ്റാർച്ച് ആയാലും സ്റ്റാർച്ച് നമ്മളിപ്പോ നമ്മൾ ഡെയിലി യൂസിൽ നമുക്കറിയാമല്ലോ ഇപ്പൊ സ്റ്റാർച്ച് പൗഡറോ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പൊതുവെ വീറ്റ് സ്റ്റാർച്ച് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അത് അതിലേക്ക് അബ്സോർബ് ചെയ്ത് സോൾവാണ് കാണാം due to this they are set to be hydro hygroscopic അറിയാലോ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആയിട്ടുള്ള നേച്ചറാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു താല്പര്യമുള്ള കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ആണ് ഓക്കെ അതാണ് അതിന്റെ അബ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നെ ഇതിന്റെ സൊല്യൂബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് സൊല്യൂബിലിറ്റിയും നമുക്കറിയാം നമുക്കറിയാവുന്ന ഏറ്റവും നല്ല കാർബോഹൈഡ്രേറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷുഗർ ആണ് ഷുഗർ അത്രയും നന്നായിട്ട് സോലബിൾ ആണെന്നുള്ളത് നമുക്കറിയാലോ നമ്മൾ വീട്ടിൽ ചായനും കാപ്പിയും കിട്ടി കുടിക്കുന്നത് The solubility of sugar in water affects use in food preparation process process. At room temperature, order of ഇപ്പോൾ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓർത്തിരിക്കുക ഫ്രക്ടോസ് ആണ് ഈസിലി സൊലബിൾ അത് കഴിഞ്ഞാൽ സുക്രോസ് ഗ്ലൂക്കോസ് വാട്ടോസ് ലാക്ടോസ് അപ്പൊ ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഓർഡർ അനുസരിച്ചാണ് അതിന്റെ സൊലബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു ഒരു ഒരു പെക്യൂലിയറിറ്റി ഓഫ് സ്റ്റാർച്ച് കൊടുത്തിട്ടുണ്ട് most of the stars on cooling form a gel അതും നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോ നമ്മൾ കഞ്ഞി വെള്ളം എടുത്ത് വെച്ച് കഞ്ഞി വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാർച്ച് വാട്ടറാണ് അതിപ്പോ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു പാട പോലെ തിക്കായിട്ടുള്ള ഒരു ഫോം ഫോർമേഷൻ ഉണ്ടാവും അതൊരു ജലാറ്റിൻ ഫോം ചെയ്യുന്നതാണ് ജലാറ്റിനൈസേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത് ടെമ്പറേച്ചർ കുറയുന്നതോറും ഈ സൊല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ഒരു ജലാറ്റിൻ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അതിനെയാണ് ജലാറ്റനൈസേഷൻ എന്ന് പറയുന്നത് സോ എന്നിട്ട് നമുക്ക് നമ്മുടെ കോമൺ ലൈഫിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുന്നത് മ്യൂട്ടാ റൊട്ടേഷൻ നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രാക്ടിക്കല് നമ്മൾ ഷുഗറിന്റെയും സുക്രോസിന്റെയും ഒക്കെ ഇൻവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മ്യൂട്ടാ റൊട്ടേഷൻ വരുന്നതാണ് ഇതിൽ optical rotation of the alpha and beta forms of glucose is form to be different okay alpha ഫോമും ബീറ്റ ഫോമും ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ഡിഫറെന്റ് ആയിരിക്കും അത് നമുക്കറിയാമല്ലോ കാരണം ഓരോ ഓരോ ഫോമും ലൈറ്റിനെ ഓരോ രീതിയിലായിരിക്കും ഡീവിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് while the alpha form shows a specific rotation of plus one one two point two degree the value for beta form is plus eighteen point seven ഈ സ്പെസിഫിക് റൊട്ടേഷനിൽ ഒരു വാല്യൂ അത് സ്പെസിഫിക് റൊട്ടേഷന്റെ വാല്യൂ ആൽഫ ഫോമിനും ബീറ്റ ഫോമിനും ഡിഫറെൻ്റ് ആണ് ആൽഫ ഫോമിന് plus one one two point two ആണെങ്കിൽ ബീറ്റ ഫോമിന് പ്ലസ് എയ്റ്റീൻ പോയിന്റ് സെവൻ ആണ് further when dissolved in water the specific rotation changes slowly until it reaches equilibrium value of fifty two point seven അതാണ് ഇതിന്റെ പെക്യുലേരിറ്റി നമ്മൾ ഇതിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫ ഫോമിന്റെ പ്ലസ് വൺ വൺ ടൂവും ബീറ്റ ഫോമിന്റെ പ്ലസ് എയ്റ്റീനും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരും അതൊരു plus fifty two point seven എന്ന ഫോമിലേക്കാണ് വരുന്നത് this gradual change in specific rotation plus form from plus one one two or plus eighteen point seven to fifteen two point seven is called mutarotation അപ്പൊ മ്യൂട്ട റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് സ്പെസിഫിക് റൊട്ടേഷനുള്ള കൃത്യമായ സ്പെസിഫിക് മെൻഷൻഡ് സ്പെസിഫിക് റൊട്ടേഷനിലുള്ള ആൽഫ ഫോമിലെയും ബീറ്റ ഫോമിലെയും ഉള്ള ഗ്ലൂക്കോസ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഫോമിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ ബീറ്റ ഫോമിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തി ഒരു ഇക്വിലിബ്രിയം സ്പെസിഫിക് റൊട്ടേഷൻ കാണിക്കും ആ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു പോയിന്റ് സെവൻ ആണ് ഈ ഈ ഒരു ചേഞ്ചിന് ഈ ഒരു മാറ്റത്തെയാണ് നമ്മൾ മ്യൂട്ട റൊട്ടേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് മ്യൂട്ട റൊട്ടേഷൻ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഈ സ്ട്രക്ചറുകൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ സ്ട്രക്ചറുകൾ തന്നെയാണ് ഇത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഉണ്ട് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ചെയ്യുന്ന അത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ചെയിൻ ഇതിപ്പോ ഓപ്പൺ സ്ട്രക്ചറാണ് നമ്മൾ ഈ രണ്ട് കാർബൺ അറ്റത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ക്ലോസ്ഡ് ചെയിൻ സ്ട്രക്ചർ ഉണ്ടാവും ആ ക്ലോസ്ഡ് സ്ട്രെയിൻ സ്ട്രക്ചറിനെ ഈ ഫോമാറ്റിൽ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പ്ലെയിനിൽ വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം പ്ലെയിനിൻ്റെ പ്ലസ് സൈഡിലേക്കും പ്ലസ് വൈ ആക്സിലേക്കും ഓക്സിജൻ മൈനസ് വൈ ആക്സിലാണ് ആൽഫ ഫോമിൽ ബീറ്റ ഫോമിലാകുമ്പോൾ നേരെ തിരിച്ചാണ് ഈ ഒരു ചേഞ്ചാണ് അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണും അപ്പോൾ ഈ ആൽഫ ഫോമിൻ്റെ specific rotation plus one one two point two ആണ് ബീറ്റ ഫോമിൻ്റെ specific rotation plus eighteen point seven ആണ് പക്ഷെ വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് ഡിഫറെന്റ് ഫോമിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തി plus fifty two point seven എന്ന പോയിന്റിലേക്ക് എത്തും അതിനെയാണ് നമ്മൾ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുന്നത് അതാണ് മ്യൂട്ടാ റൊട്ടേഷൻ ഗ്ലൂക്കോസ് എന്ന പേരുകൊണ്ട് മനസ്സിലാക്കി ഇൻവേഷൻ ഓഫ് ഷുഗർ ആണ് അടുത്തൊരു time inversion of sugar is an important thing it is an important property of sucrose sucrose is dextrorotatory, that is, it rotates a plane of polarized light uh, to right. On hydrolysis with mild acids or an enzyme called invertase, it gives equal amount of glucose and fructose. Of these two, the glucose is dextrorotatory and fructose is highly levorotatory. So it's a plane of light, uh, light to right. Okay. So result, the mixture has a net rotation Okay. Since there is an inversion in the direction of rotation this phenomena is called inversion of sugar simple ആണ് അതായത് സൂക്രോസ് എന്ന് പറഞ്ഞ മോളിക്യൂള് ഡെക്സ്റ്റോ റൊട്ടേറ്റർ ആണ് അത് പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മോളിക്യൂളാണ് സുക്രോസ് ഓക്കെ നമ്മൾ ചിന്തിക്കുക ഒരു പ്ലെയിൻ പോളറൈസറായിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ക്യൂബ് എടുത്ത് വെച്ചു ആ ക്യൂബാണ് സുക്രോസ് എന്ന് പറഞ്ഞ ഒരു ഒരു ക്രിസ്റ്റൽ ഒരു ഗ്ലാസ് ക്രിസ്റ്റൽ ക്യൂബ് നമ്മളുടെ കയ്യിലുണ്ട് അതാണ് ഗ്ലൂക്കോസ് എന്ന് വെറുതെ മനസ്സിൽ വിചാരിക്കുക അതൊന്നും അല്ല കേട്ടോ സയൻസ് അതാണ് സുക്രോസ് എന്ന് കരുതുക അതിലേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ സുക്രോസ് അതിനെ റൈറ്റിലേക്ക് ആ ബീം ലൈറ്റ് വീഴുന്ന പ്രൊജക്റ്റഡ് പ്ലെയിനിന്റെ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും പക്ഷേ ഇതേ സൂക്രോസിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് with mild acids or an enzyme called invertase invertase എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ നമ്മൾ ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് equal amount of glucose and fructose ആയിട്ട് മാറും അപ്പോൾ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ ലിവോ റൊട്ടേറ്റർ ആണ് അത് സെയിം ലൈറ്റിന് അത് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു മോളിക്കുളാണ് സോ പക്ഷെ അത് ആ rotates plane polarised highly laevo laevorotatory എന്ന് പറഞ്ഞത് അതായത് ഗ്ലൂക്കോസ് സുക്രോസ് റൈറ്റിലേക്ക് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് ഫ്രക്ടോസ് അതിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യും അപ്പൊ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ എപ്പോഴും ഒരു ലിവോ റൊട്ടേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് നിൽക്കുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻ കാരണം ബിക്കോസ് ഫ്രക്ടോസ് വരുമ്പോൾ അത് ഹൈലി ലിവർ റിട്രാക്ടറി ആയതുകൊണ്ട് അത് ഗ്ലൂക്കോസിന്റെ സുക്കോസിന്റെ എഫക്റ്റിനെക്കാട്ട് കൂടുതലായിട്ട് ലെഫ്റ്റിലേക്ക് ബീം ഓഫ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും അപ്പൊ ഇങ്ങനെ നടക്കുന്ന ആ ഇൻവെർട്ടൈസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത് അതല്ലെങ്കിൽ മൈൽഡ് ആസിഡ്സിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ലൈറ്റിന്റെ റൊട്ടേഷനിൽ ഉണ്ടാവുന്ന ഈ ഇൻവേർഷനെയാണ് നമ്മൾ ഇൻവേഷൻ ഓഫ് ഷുഗർ എന്ന പേരിൽ പറയുന്നത് since there is an inversion in the direction of rotation this phenomena is called inversion of sugar and sugar is called invert sugar അപ്പോ നമുക്കറിയാം ഫ്രക്ടോസ് ആണ് sweetest sugar the invert sugar is much sweeter than sucrose and finds extensive applications confectionery industry അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഫ്രക്ടോസിനാണ് മധുരം കൂടുതൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അതായിരിക്കും ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഇൻവേർട്ട് ഷുഗർ ആക്കിയിട്ട് സുക്രോസിനെ ഇൻവേർട്ട് ചെയ്ത് ഫ്രക്ടോസും കൂടിയുള്ള ഇൻവേർട്ട് ഷുഗർ ആക്കിയിട്ടാണ് നമ്മൾ കോൺഫെക്ഷണറി ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവേർഷൻ ഓഫ് ഷുഗർ ഇവിടെ ഒന്ന് രണ്ട് ഇങ്ങനത്തെ ടേംസ് ഉണ്ട് എല്ലാ ടേംസും ഓരോ ഹെഡിങ്ങും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എക്സാംസിന് ഡെഫിനേഷൻസ് ആയിട്ടോ എക്സാമ്പിൾസ് ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് എല്ലാ പോയിന്റും നോക്കി നോക്കി തന്നെ പോണം പിന്നെ അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്കെയിൽ നമുക്ക് വെക്കാൻ പറഞ്ഞാൽ സ്വീറ്റ്നെസ് ആണ് ഇതിന്റെ സ്കെയിൽ നമുക്കറിയാം ഈ പറഞ്ഞ ഷുഗർ കാറ്റഗറിയിൽ വരുന്ന എല്ലാത്തിന്റെയും ഒരു കോമൺ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നെസ് ആണ് അപ്പൊ അതിന്റെ ഒരു ഓർഡർ അവിടെ പറയുന്നുണ്ട് ഫ്രക്ടോസ് ആയിരിക്കും കൂടുതൽ സ്വീറ്റ് അത് കഴിഞ്ഞ് sucrose glucose maltose lactose so അത് അതിന്റെ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് okay that's regarding the taste of this sugar പിന്നെ ഒരു പ്രോപ്പർട്ടി പറയുന്നത് അതിന്റെ ക്രിസ്റ്റലൈസേഷൻ ആണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം process of forming of crystals from the solution of a substance it has an inverse relationship with solubility more soluble the substances less is the tendency to form crystals okay crystallisation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ process of formation of crystals ആണ് നമുക്കറിയാം എല്ലാത്തിന്റെ എന്തിന്റെ ആണെങ്കിലും ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫോർമേഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് അത് സൊല്യൂബിലിയായിട്ട് സൊല്യൂബിലിറ്റി ആയിട്ട് അതിന് റിലേഷൻഷിപ്പ് ഉണ്ട് more soluble the substance lesser is the tendency to form crystals okay അത് സൊല്യൂബിലിറ്റി കൂടുന്തോറും മോർ സൊല്യൂബിൾ ആകുന്തോറും ക്രിസ്റ്റൽ ഫോർമേഷനുള്ള ടെൻഡൻസി കുറവായിരിക്കും crystallisation also depends upon the factors like nature of the solution addition of some other ingredients in the solution Okay. അതും നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷന്റെ നേച്ചർ നമ്മൾ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടാണ് ക്രിസ്റ്റലൈസേഷന്റെ പ്രോപ്പർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ പറഞ്ഞു പോകുന്നത് ഇവിടെ നമ്മൾ മിൽക്കിൽ when milk is condense to about one third of its volume നമുക്കറിയാം പാല് നമ്മൾ കുറുക്കി കുറുക്കി എടുക്കുമല്ലോ പാല് തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് അതിങ്ങനെ ഒരു the concentration of lactose large enough to be easily crystallisation of volume അപ്പൊ നമ്മൾ അങ്ങനെ കുറുക്കി കഴിഞ്ഞാൽ പാല് കുറുക്കുക എന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ അത് ചെയ്യുമ്പോൾ അത് ചൂട് മാറി തണുത്ത് കൊടുക്കുമ്പോൾ അതൊരു ക്രിസ്റ്റലൈസേഷൻ ഫോം ചെയ്യും പാലിലുള്ളത് ലാക്ടോസ് ആണ് ലാക്ടോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോളിസാക്രൈഡ് ആണ് അപ്പോ അത് therefore when the sweet and condensed milk is cool the lactose crystallises out and the growth size that may lead to grittiness or sandiness in the mouth അതായത് ഇത്ര വലിയ ക്രിസ്റ്റൽസ് അത് ഫോം ചെയ്യുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്കിൽ ചെയ്യുന്നതാണ് പറയുന്നത് This crystallization of lactose may be prevented by a process called the seeding, in which finely ground crystals of lactose are mixed with concentrated water. These two microorganisms provide a large number of nuclei. Okay. അതൊക്കെ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ടൈം ആണ് കണ്ടൻസ്ഡ് മിൽക്കിൽ ഈ ഗ്രിറ്റിനെസ് ഓർ സാൻഡിനെസ് എങ്ങനെ മാറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത് സീഡിങ് എന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് അതിൽ ഫൈനലി ഗ്രൗണ്ട് ക്രിസ്റ്റൽസോ ലാക്ടോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് complete large number of nuclear lactose crystallise out ചെയ്യും അപ്പൊ അങ്ങനെ അതിന്റെ സൈസ് കുറഞ്ഞ് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു ജനറൽ കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ അടുത്തത് നമ്മൾ ഹീറ്റിന്റെ എഫക്റ്റ് ആണ് ഹീറ്റിന്റെ എഫക്റ്റിലാണ് മെയിൻ ആയിട്ട് ഈ കാരമലൈസേഷൻ എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത് above the melting points these when the sugars are heated these melt at their melting points നമുക്കറിയാം പഞ്ചസാര ചൂടാക്കിയാൽ നമുക്കറിയാം അത് മെൽറ്റായി അത് ലിക്വിഡ് ഫോമിലാവും above the melting points these dehydrate decompose and polymerise forming a brown mass called caramel അതും നമുക്കറിയാം നമ്മളിപ്പോ വലിയ രീതിയിൽ സർബത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കുടിക്കുന്ന ആൾക്കാരാണ് അല്ലെ കുലുക്കി സർബത്ത് ആ സർബത്ത് ഈ സർബത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുടിക്കും അതിന്റെയൊക്കെ ഒരു കളർ നമ്മൾ കണ്ടിട്ടുണ്ട് പൊതുവെ ഒരു ബ്രൗൺ കളറിലായിരിക്കും സർബത്ത് സൊല്യൂഷൻസ് ഉണ്ടാവുന്നത് ഒരു മെയിൻ റീസൺ ഈ കറമലൈസേഷൻ ആണ് അതായത് നമ്മൾ മെൽറ്റിംഗ് പോയിന്റിനെക്കാട്ടും കൂടുതൽ ചൂടായി കഴിയുമ്പോൾ ഡിഹൈഡ്രേറ്റ് ചെയ്ത് ഡിക്കമ്പോസ് ചെയ്ത് പോളിമറൈസ് ചെയ്ത് ഒരു ബ്രൗൺ മാസ് ആയിട്ട് മാറും അതിന് നമ്മൾ പിന്നെ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സർബത്തിന്റെ ഫോർമിലേക്ക് മാറ്റുന്നത് അപ്പൊ ആ നടക്കുന്ന പ്രോസസ്സ് ആ കളർ ചേഞ്ച് നടക്കുന്ന പ്രോസസ്സിനെയാണ് കാരമലൈസേഷൻ എന്ന് പറയുന്നത് കാരമൽ ഫോം ആ മാസിനെയാണ് ബ്രൗൺ മാസിനെയാണ് നമ്മൾ കാരമൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ കാരമൽ നമ്മളുടെ ഈ ക്യാൻഡീസും എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട് ആ ക്യാൻഡീസ് ഒക്കെ എല്ലാം ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയിരിക്കും അതായിരിക്കും അതിന്റെ റീസൺ അതിൽ തന്നെ ഡിഫറെന്റ് ഷുഗേഴ്സ് ആ ഡിഫറെന്റ് കാരമലൈസേഷൻ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട് പല ടെമ്പറേച്ചറുകളുണ്ട് പലതിനും സുക്രോസിന് വൺ സിക്സ്റ്റി ആണ് ഫ്രക്ടോസിന് വൺ ടെൻ ആണ് മാൾട്ടോസിന് വൺ എയ്റ്റി ആണ് അപ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണ് ഈ കാരമലൈസേഷൻ നടക്കുന്നത് for different kind of sugar okay ഇവിടെ രണ്ട് മൂന്ന് റിയാക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് മെയിലായിട്ട് reactions browning or caramelisation of the sugars on heating above their melting point brings about a series of chemical reactions called Maillard reactions named after discover okay അത് uh, കുറച്ച് നമ്മുടെ browning caramelisation sugar above melting point നടക്കുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ അതിനെ ഒരു ജനറലായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഡിഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ ഡികമ്പോസിഷൻ പോളിമറൈസേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് ഈ കംപ്ലീറ്റ് റിയാക്ഷൻസിനെ എല്ലാം കൂടി കോമൺ ആയിട്ടുള്ളതാണ് മെയിൽ ആർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരിലാണ് ആ റിയാക്ഷൻസ് വരുന്നത് അതൊക്കെയാണ് അവിടെ പൊതുവിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പിന്നെ ഇതിന്റെ ടേസ്റ്റിനെ പോലെ തന്നെ കളർ അരോമ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചൂടാക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് വ്യത്യാസം നമുക്കറിയാം പഞ്ചസാരയൊക്കെ നമ്മൾ ചൂടാക്കി ഉരുക്കി തുടങ്ങുമ്പോൾ അതിന്റെ സ്മെല്ലിലൊക്കെ ചേഞ്ചസ് വരും അപ്പോൾ ഷുഗേഴ്സ് എപ്പോഴും ചൂടാക്കുമ്പോൾ ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ സോറി കാരമലൈസേഷൻ പോലെ തന്നെ അതിൻ്റെ അറോമയിലും ചേഞ്ചസ് ഒക്കെ വരും അതൊക്കെ നമ്മുടെ ഫുഡിൽ നമുക്കതിന് ഫ്ലേവറായിട്ടോ ഫീച്ചറായിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് അവിടെ പറഞ്ഞു പോകുന്നത് ഓക്കെ പിന്നെ effect of food processing on carbohydrates ആണ് പറയുന്നത് ഇതും ഓൾമോസ്റ്റ് ഒരു ജനറൽ ടൈം ആണ് ജലാറ്റിനൈസേഷൻ എന്ന പോയിന്റ് പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അതായത് സ്റ്റാർച്ച് പ്രസൻസ് ഓഫ് വാട്ടർ പ്രിസ്ക്രൈം structure of star granules loss irreversibly by a process called gelatinisation it is due to the absorption water by star granules and turning into jelly like substance നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ കഞ്ഞിവെള്ളത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു ജലാറ്റിനൈസേഷൻ സംഭവിക്കും when is continued continued in the excess water, more soluble components of starch comes into solution and a uh, paste result in the food processing. Starch granules are not completely partial gelatinisation sufficient okay അത് നമ്മൾ ആ പറഞ്ഞ കാര്യത്തിന് കുറച്ചുകൂടി ഇന്ന് ഡീറ്റെയിലിൽ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ റിട്രോഗ്രഡേഷൻ എന്ന് പറഞ്ഞ process of reassociation of the starch granules on the cooling of the gelatinised starch or the starch paste is called retro retrogradation ആണ് reassociation of starch granules on cooling നമ്മൾ ആദ്യം പറഞ്ഞു ഇത് തണുത്ത് കഴിയുമ്പോൾ അത് സ്റ്റാർച്ച് ഗ്രാനുൾസ് എല്ലാം ഒരു റീ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതിനെയാണ് റിട്രോഗ്രഡേഷൻ എന്ന് പറയുന്നത് okay reheating of starchy food also influences this process the dis digestibility of starch in small intensity reduced by the degree of processing and retrogradation the staling of bread is due to retrogradation of the starch and the rate of staling is temperature dependent. Okay അപ്പോൾ ഇങ്ങനെ സ്റ്റാർച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ റീഹീറ്റ് uh, ചെയ്യുമ്പോൾ uh, റിട്രോഗ്രഡേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് നമുക്ക് നമ്മളുടെ ഡൈജഷന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞു പോകുന്നത് okay effect of dietary fibre dietary ഫൈബറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വീറ്റ് ഫ്ലോറിലൊക്കെ ഉള്ളതാണ് മെയിൻ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഫുഡിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഡൈജഷൻ്റെ ഇഷ്യൂസ് ഒക്കെ കുറേ കൂടി നല്ലിഫൈ ചെയ്യാനായിട്ട് അത് ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ അത് നമ്മളുടെ ഫുഡിൽ വേണ്ട എന്നാണ് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ജ്യൂസസ് ഓട്സ് അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഡയറ്ററി ഫൈബർ കിട്ടുന്നത് അതെല്ലാം ഈ ഈ പറഞ്ഞ സാക്രേറ്റ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് ഓക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ യൂസസിനെ കുറിച്ച് പറയുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം പറയുന്നത് ഷുഗറിനെ കുറിച്ചാണ് ഷുഗറിന്റെ യൂസസ് ആണ് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പവുമാണ് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വീറ്റ്നെസ് ആണ് ഓക്കെ സ്വീറ്റ്നെസ് തരും പിന്നെ ഒരു ടെക്സ്ചർ തരുന്നുണ്ട് makes an important contribution to texture of food commonly refer to as mouth feel for example glyco syrup in ice cream provides it smooth texture അതും ടെക്സ്ചറിനെ കുറിച്ച് നമുക്കറിയാം നമ്മളിപ്പോൾ കേക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അതിന് ആൻസർ കിട്ടും കാരണം അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഐസിങ്ങും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്ചർ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കുന്ന കിട്ടുന്നതാണ് അപ്പോൾ അതാണ് ടെക്സ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ജാം ജെല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് പ്രിസർവേറ്റീവായിട്ട് കീപ്പ് ചെയ്യുന്നത് മൈക്രോബിൽ ഗ്രോത്ത് അത് പ്രിവെന്റ് ചെയ്യും അത് ഷുഗറും സോൾട്ടും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസുകളാണ് ഷുഗറും മൈക്രോബിൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അടുത്ത വന്ന പോയിന്റ് ഫെർമെന്റേഷൻ ആണ് നമുക്കറിയാം ഫെർമെന്റേഷൻ നമുക്ക് ഷുഗർ ബേസ്ഡ് ഫെർമെന്റേഷൻ നമുക്കറിയാം ഫെർമെന്റേഷൻ അല്ലാതെ നമ്മൾ ഈ നമ്മൾ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷുഗർ ആണല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആയിട്ട് ഫെർമെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത് അതാണ് ഫെർമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വന്നിട്ടാണ് അപ്പിയറൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞു കാരമലൈസേഷൻ ആൻഡ് മെയിലേഷൻസിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ കളറ് നമ്മള് ഫുഡിലുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഫുഡില് ബേക്കറി ഫുഡിലൊക്കെ വന്ന പല ഡിഫറെന്റ് കളേഴ്സിൽ പലതും നമുക്ക് ഇങ്ങനെ ഗോൾഡൻ ബ്രൗണോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കളേഴ്സ് ഷുഗറിന്റെ ചൂടാക്കി തന്നെ നമുക്ക് ക്രിയേറ്റ് എടുക്കാൻ പറ്റും ഷുഗർ സിറപ്പുകളിൽ തന്നെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ഭയങ്കര വലിയ വൈഡ് റേഞ്ചിലല്ല എങ്കിലും കിട്ടുന്ന കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അതാണ് അപ്പിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഫ്രീസിംഗ് പോയിന്റുമായിട്ട് പറയുന്നത് sugars are effective in lower in the freezing point of solution that's an important thing അതായത് ഫ്രീസിംഗ് uh, പോയിന്റ് കുറയ്ക്കാൻ ഷുഗർ സഹായിക്കും മോണോത്തരം കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ high proportion of low molecular sugars are most effective lower in the freezing point okay reducing sugars such glucose fructose maltose and lactose are recommend for ice cream okay freezing point കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ റെഡ്യൂസിംഗ് ഷുഗേഴ്സ് ആയ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് മാൾട്ടോസ് ഒക്കെ അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്നത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഓക്കെ പിന്നെ ഇതിനൊരു ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ഉണ്ട് antioxidant effect many carbohydrates are excellent scavengers of metal ions glucose fructose and sugar alcohols have the ability to block the reactive sides of ion such as copper ions okay അത് അതിന്റെ ആ ഒരു സൈഡാണ് അതിന്റെ ഒരു പ്ലസ് സൈഡാണ് മെറ്റൽ അയോൺസിന്റെ സ്കാവഞ്ചേഴ്സ് എന്നാണ് പൊതുവെ പറയുന്നത് These characteristics of monocycles and aids in food preservation by retarding catalytic oxidation reaction okay അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആന്റി ഓക്സിഡന്റ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത് ഓക്കെ ഇവിടെ നമ്മൾ അതിനും കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുഡ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാർച്ച് പോളി സാക്രൈഡ്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് ഇത് ഒരു ജനറൽ ആപ്ലിക്കേഷൻ ആണ് തിക്കണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം വാട്ടർ നന്നായിട്ട് അബ്സോർബ് ചെയ്യും The amylose content of the starch is more, its long water solutions increase the viscosity and thickness of gravies, sauces and puddings. Thickness thickness കൂട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഹോട്ടൽസിലൊക്കെ ആണെങ്കിലും സ്റ്റാർച്ച് ആഡ് ചെയ്ത് ലൈക്ക് ഇപ്പോൾ ചെറിയ തോതിൽ സാമ്പാറിൽ കുറച്ച് അതിനുള്ള ആഡ് ചെയ്ത് തിക്നെസ് ആക്കുന്ന പരിപാടി ചെറിയ തട്ടിപ്പ് പരിപാടികളുള്ള അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേവീസ് ഒക്കെ ഹോട്ടലിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ അതിൽ കുറച്ച് വീറ്റ് പൗഡേഴ്സ് അത് അധികം സ്റ്റാർച്ച് അത് ആഡ് ചെയ്ത് അത് ഡിസോൾവ് ആവുകയും ചെയ്യും തിക്ക് ആവുകയും ചെയ്യും പിന്നെ ഫാറ്റ് റീപ്ലേസർ ആണ് water absorbing properties also responsible for the mouth feel of many food products containing may be used as fat substitutes example salad dressing and dairy products അതും നമുക്കറിയാം ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കി നമുക്ക് ഇതിനെ റീപ്ലേസ് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വാട്ടർ ബൈൻഡേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അബ്ദസീവ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ബൈൻഡർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ബൾക്കിംഗ് ഏജന്റ് ആയിട്ട് ബേക്കിംഗ് പൗഡേഴ്സ് ഫാറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് പിന്നെ മോഡിഫൈഡ് സ്റ്റാർസിനെ കുറിച്ചാണ് പറയുന്നത് ഇൻ ദർ നേറ്റീവ് form or as they are available in nature do not fulfil all the desirable requirement order to have better usefulness starches are treated to alter one or more original characteristics. These are called modified starches അപ്പോൾ മോഡിഫൈഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെസേർട്സ് ജെല്ലീസ് ഡ്രസ്സിങ്സിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആസറ്റ് ചാർജ് ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിൽ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തും അത്തരം സ്റ്റാർജിനെയാണ് മോഡിഫൈഡ് ചാർജ് എന്ന് പറയുന്നത് okay food applications of non charge polysaccharides ആണ് അടുത്തത് ഇതും ഒരു ജനറൽ ആണ് നമുക്ക് വലിയ ഡീറ്റെയിൽസ് പോകില്ല വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ water retention they try uh, morphocellulose soft and flexible ആണ് absorb absorbent. Most most application application is water retention ആണ് സെല്ലോസിന്റെ അത് Besides the cellulose fine applications, emulsifier, anti anti so ഇതെല്ലാം നമ്മൾ ഒരു ബേക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫെക്ഷണറി ഇൻഡസ്ട്രി ആയിട്ട് ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് പറഞ്ഞതിന്റെ കോമൺ ആപ്ലിക്കേഷൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം ആണ് എമൽസിഫിക്കേഷൻ സ്റ്റെബിലൈസേഷൻ അത്തരം കാര്യങ്ങളാണ് എല്ലാ എല്ലാത്തിന്റെയും ആപ്ലിക്കേഷൻസ് സിമിലർ ആണ് ചിലത് സ്പെസിഫിക് ആപ്ലിക്കേഷൻസും ഉണ്ട് ഇതെല്ലാം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആസ്യൂഷ്യൽ എക്സസൈസ് അതിൻ്റെ ന്യൂട്രീഷണൽ ആൻഡ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചും കുറച്ചൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതും വലിയ ഡീറ്റെയിൽസ് അല്ല അതൊരു ജനറൽ ഐഡിയയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയുക കാർബോഹൈഡ്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകാനുള്ളത് നമ്മുടെ ടോപ്പിക്സിന് സമ്മപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ കീവേഡ്സ് എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും നോക്കി പോവാ അപ്പോ വീണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ഹിസ്റ്ററി ഇതാണ് ഓക്കെ അപ്പോ നമ്മൾ ദിസ് റിഗാർഡിങ് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ് വീണ്ടും നമുക്കിവിടെ ഓക്കെ നമ്മുടെ ചാറ്റ് സൈഡിൽ മാഡത്തിന്റെ ഡോക്ടർ ചലച്ചുകുമാരി മാഡത്തിന്റെ message before stopping the class ആണ് അതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് മേ ബി മാഡം ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യായിരിക്കും ഞാൻ ഒന്നും കൂടി ലിങ്ക് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് റിഗാർഡിംഗ് ദ അറ്റൻഡൻസ് അതിൽ കുറച്ച് ഇഷ്യൂസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സ്റ്റിൽ ഞാൻ അന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കുറെ ആളുകൾ പിന്നീടാണ് വന്നത് അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട് അതിൽ കൂടെ നമുക്ക് ഇന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ ആദ്യം മാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ആർക്കും സക്സസ് ആയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ മാഡം അത് അഡ്രസ് ചെയ്യുമായിരിക്കും മാഡം ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഉടനെ ലോഗൌട്ട് ഔട്ട് ചെയ്യരുത് ആ ഒരു ഇഷ്യൂ കൂടി അഡ്രസ് ചെയ്തതിന് ശേഷം മാത്രം ലോഗൌട്ട് ഔട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാഡത്തിന്റെ അഡ്രസ് ചോദിക്കും ഓക്കെ അപ്പോൾ ഇതാണ് കാർബോഹൈഡ്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു പോകാനുള്ളത് അടുത്തായിട്ട് വരുന്നത് ഫുഡ് അഡിറ്റീവ്സ് ആണ് ഫുഡ് അഡിറ്റീവ്സും നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സിൽ അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയതിൽ വന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഫുഡ് അഡിറ്റീവ്സിൽ വരാനുള്ളത് നമുക്കറിയാം ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നോൺ എമൗണ്ട് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഫുഡ് അഡിറ്റീവ്സ് ആണ് കുറച്ച് സബ്സ്റ്റൻസുകളാണ് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ഇത് ഒരു ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഹെൽത്ത് ഇഷ്യൂസോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ ഫുഡിൽ ആഡ് ചെയ്യാനായിട്ട് അലൗഡ് ആയിട്ടുള്ള റെക്കമെൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഫുഡ് അഡിക്യൂസ് അതിന് പല പർപ്പസ് ഉണ്ട് അത് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആന്റി ഓക്സിഡൻസ് ആണ് ആസിഡലൻസ് ആണ് കളറിങ് ഏജൻസ് ആണ് ഫ്ലേവറിങ് ഏജൻസ് ആണ് സ്വീറ്റ്നസ് ആണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഷുഗറിന്റെ കേസിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ പോയിന്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നമുക്ക് തന്നെ അറിയാലോ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ പ്രിസർവേറ്റീവ് ആവുന്ന എങ്ങനെയാണ് കളറിങ് ഏജന്റ് ആന്റി ഓക്സിഡന്റ് ഒക്കെ അപ്പൊ നമ്മൾ ഷുഗറിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അത് പഠിച്ചാൽ തന്നെ ഈ ഫുഡ് അഡിറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇവിടെ ആസ് നമ്മൾ എന്താണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് പറഞ്ഞു ഫുഡിൽ ആഡ് ചെയ്യുന്നതാണ് ഇവിടെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് F I and W H ഒൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ definition simply food additive substance ഒരു mixture of substance other than the natural food which is present in food as a result of any aspect of production process storage or packing Okay, the food additives are non-nutritive substances added to food in small quantities, in small quantities ആണ് കേട്ടോ quantities അല്ല to improve its flavour texture appearance storage properties അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലേവർ ടെക്സ്ചർ അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രോപ്പർട്ടീസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിസർവേറ്റീവ് അപ്പൊ ഇത്തരം ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരു സ്മോൾ എമൗണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന നോൺ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള എന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാത്ത സബ്സ്റ്റൻസുകളാണ് പൊതുവെ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ഓക്കെ ബോർഡ് അഡ്മിഷൻ അപ്പൊ അത് അതിന്റെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് general regard safe additives prevention of food adulteration act ആണ് ഫുഡ് അഡിറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഉണ്ട് ആ ആക്ട് പ്രകാരമാണത് ഏത് ലെവലിൽ ആഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും അതിന് കൃത്യമായ ഡെഫിനേഷൻസും കാര്യങ്ങളും പറയുന്നത് ഓക്കെ അതാണ് regarding food additives general times ആണ് പിന്നെ ഇതിന്റെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രിസർവേറ്റീവ് ആയിട്ട് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആസിഡലൻസ് ആയിട്ട് ന്യൂട്രലൈസറേഴ്സ് ആയിട്ട് ബഫേഴ്സ് ആയിട്ട് കളറിംഗ് ഏജൻസ് ആയിട്ട് ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ട് സ്വീറ്റ്നെസ് ആയിട്ട് അങ്ങനെ പല ഫീച്ചേഴ്സ് പല ആപ്ലിക്കേഷൻസ് ആണ് പ്രിസർവേറ്റീവ്സിനുള്ളത് അതും ജസ്റ്റ് ഒന്ന് വൈഡ്ലി പറഞ്ഞു പോയിട്ടുണ്ട് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആന്റി മൈക്രോബിൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്ന പ്രിസർവേറ്റീവ് ആണ് അതിനൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് for example preservatives like T B H Q അതൊക്കെ നമ്മളൊരു ആന്റി ഓക്സിഡന്റ് ഫീച്ചറുള്ള പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് അതാണ് അതിൽ പ്രിസർവേറ്റീവായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പ്രിസർവേറ്റീവിനെ തന്നെ class one and class two preservatives ആയിട്ട് സാധനങ്ങളാണ് പൊതുവെ ക്ലാസ് വൺ പ്രിസർവേറ്റീവ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്ന നമുക്ക് തന്നെ അറിയാം നമ്മൾ വിനാഗിരി ആഡ് ചെയ്താൽ വിനാഗിരി ആഡ് ചെയ്തിട്ട് പ്രിസർവേറ്റീവ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ പി എച്ച് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് മൈക്രോബിൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അച്ചാർ കുറെ കാലം കീപ്പ് ചെയ്യാം നമുക്കറിയാം അത് പറഞ്ഞ മാതിരി തന്നെ ചില തേൻ ഒഴിച്ചിട്ട് ചില ഡ്രൈ ഫ്രൂട്ട്സും മറ്റും ഓക്കെ സോ അതാണ് നമ്മൾ ക്ലാസ് വൺ പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞത് അതായത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ് ക്ലാസ് വൺ പ്രിസർവേറ്റീവ്സ് വന്നിട്ട് ഇനി ക്ലാസ് ടു പ്രിസർവേറ്റീവ്സ് ഉണ്ട് these can be add food as specified by regulations നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയാണ് നമുക്ക് ഇതിനെല്ലാത്തിനും കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട് ഇത് ഹാംഫുൾ അല്ലെങ്കിൽ പോലും നമുക്ക് ആഡ് ചെയ്യുന്നതിന് ഒരു റെഗുലേഷൻസ് ഗ്ലോബലി അല്ലെങ്കിൽ നാഷണലി ഒക്കെ അലൗഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില റെഗുലേഷൻസ് ഉണ്ട് അത് പ്രകാരമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് ബെൻസോയിക് ആസിഡ് ആണ് സൾഫർ ആസിഡ് ആണ് സോൾസ് നൈട്രൈറ്റ്സ് സോർബിക് ആസിഡ് അങ്ങനെ പല സാധനങ്ങളുമാണ് നമ്മൾ പൊതുവെ ക്ലാസ് ടു പ്രിസർവേറ്റീവ്സ് നിലയിൽ ആഡ് ചെയ്യുന്നത് അതും അനദർ കാറ്റഗറി ഓഫ് പ്രിസർവേറ്റീവ്സ് ആണ് so class one and class two preservatives ആണ് മെയിൻ ആയിട്ട് ക്ലാസ് ടു പ്രിസർവേറ്റീവ്സിൽ ഏറ്റവും വൈൽഡ്ലി യൂസ് ചെയ്യുന്ന ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് benzoic acid so naturally cranberries plums prunes cinnamon അത് നാച്ചുറലി അവൈലബിൾ ആണ് പക്ഷെ നാച്ചുറലി അവൈലബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഫോമിലാണ് പൊതുവെ ആസ് എ പ്രിസർവേറ്റീവ് നിലയിൽ ആഡ് ചെയ്യാറ് due to low stability of benzoic acid in water sodium benzoic salt is preferred sodium benzoate ആയിട്ടാണ് നമ്മൾ ബെൻസോയിക് ആസിഡ് ആയിട്ട് അല്ല ആഡ് ചെയ്യുന്നത് പലപ്പോഴും സോഡിയം ബെൻസോയിറ്റ് ഫോമിലാണ് ആഡ് ചെയ്യുന്നത് അതുമാതിരി തന്നെ സൾഫർ ഡയോക്സൈഡ് uh, ഒരു പ്രിസർവേറ്റീവ് ആണ് മെയിനായിട്ട് നമ്മൾ ഈ ഡ്രൈഡ് സ്പൈസസ് ഫ്രൂട്ട്സിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ സൾഫർ ഡയോക്സൈഡ് മെയിൻ പ്രിസർവേറ്റീവ് ആണ് അതിനും നമുക്കൊരു കൃത്യമായ പെർമിറ്റഡ് അലൗഡ് റേഞ്ച് ഉണ്ട് അതിനാകുമ്പോൾ അതും ഒരു ഇഷ്യൂ ആണ് എല്ലാം പൊതുവേ പൊതുവെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെയാണ് പൊതുവിൽ ഈ പറഞ്ഞ എല്ലാ പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യുന്നത് like benzoic acid sorbic acid also it's a similar പ്രോപ്പർട്ടിയാണ് അതും പൊട്ടാസ്യം സോർബേറ്റ് എന്നുള്ള സോൾട്ട് ഫോമിലാണ് നമ്മൾ പൊതുവെ ആഡ് ചെയ്യുന്നത് നമുക്ക് ചില പ്രൊഡക്ട്സ് വായിക്കും വാങ്ങിക്കുമ്പോൾ ഒരു ലേബൽ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും ആഡഡ് പ്രിസർവേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് മെയിൻ നിങ്ങൾ നോക്കി അറിയാം സോഡിയം ബെൻസോയിരുന്നോ പൊട്ടാസ്യം സോർബേറ്റ് എന്നൊക്കെ ആയിരിക്കും കാണാൻ കഴിയുന്നത് മെയിനായിട്ട് ഈ ജാം ജെലി അല്ലെങ്കിൽ ചില കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും ലൈക്ക് ദാറ്റ് നൈട്രേറ്റ്സ് ഉണ്ട് ആന്റി മൈക്രോബിൽ സബ്സ്റ്റൻസ് ഉണ്ട് കാരണം ഇതെല്ലാം ഇതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രൈം ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോബിൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്തിട്ട് ഫുഡ് സ്പോയിലേജ് ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഈ പ്രിസർവേറ്റീവ്സിന്റെ ഒരു മെയിൻ പർപ്പസ് കെ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു class one class two preservatives പറഞ്ഞു പിന്നെ അടുത്ത് വന്നിട്ട് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ unsaturated fatty acid fats and oils can undergo oxidation during storage leading to the development of rancidity. That is the characteristic of, of flavoring indicating spoilage of oils. The oxidative process may also cause vitamin destruction, discolorization, and even some toxic. Food antioxidants are substances that are able to inhibit or interfere with the auto-oxidation reactions. Okay. Antioxidants എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഓക്സിഡേഷൻ റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാവുന്ന ചില കോമ്പൗണ്ട്സ് ആണ് ആന്റി ഓക്സിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് widely use phenolic anti phenolic anti antioxidants ആണ് നമ്മൾ വൈൽഡിലി യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ആയിട്ട് B H A butylated hydroxy അനീലോസ് ആണ് ആയിട്ട് യൂസ് ചെയ്യുന്ന മോളിക്കുളാണ് അതായത് B H T T P H Q tetrabutyl hydroquinone tetrabutyl hydroquinone എന്നൊക്കെ പറഞ്ഞാൽ അധികം യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഇതിനും കൃത്യമായ റെഗുലേഷൻസും ലിമിറ്റും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട് അപ്പൊ അത് എക്സിഡ് ചെയ്യാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും ജനറൽ ആയിട്ട് അതിന്റെ ആക്ഷൻ എന്താണെന്നോ ഫീച്ചർ എന്താണെന്നോ ഒന്നും പറയുന്നില്ല certain metals like iron and copper present foods are strong catalyst of fat oxidation and react with antioxidants to cause discoloration of food acids like citric acid have the ability അപ്പൊ അത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ആക്ഷൻ എന്താണെന്നുള്ള ജസ്റ്റ് പറഞ്ഞാണ് അടുത്ത ആസിഡിലൻസ് ആണ് ആസ് നെയിം ഇൻഡിക്കേറ്റ് ഫുഡ് അടിച്ച് lower the P H any food നമുക്ക് മനസ്സിലായി പേര് തന്നെ അറിയാം ഇത് ആഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ പി എച്ച് ഫുഡിന്റെ പി എച്ച് ലെവൽ കുറയ്ക്കാനാണ് പി എച്ച് ലെവൽ കുറയ്ക്കുന്നത് ആന്റി മൈക്രോബിൽ ഏജന്റ് ആണ് മൈക്രോബിൽ ഗ്രോത്ത് കുറയ്ക്കും അപ്പോൾ അത് സ്പോയിലേജ് ഓഫ് ഫുഡ് നമുക്ക് കുറയ്ക്കാൻ കഴിയും അങ്ങനത്തെ സാധനങ്ങളാണ് പൊതുവെ ആസിഡലൈൻസ് എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം സിട്രിക് ആസിഡ് ആണ് സിട്രിക് ആസിഡ് നമുക്കറിയാം നമ്മൾ പൊതുവെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി മീറ്റ് അല്ലെങ്കിൽ സീ ഫുഡ് അല്ലെ ഹാഫ് കുക്കഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ മെയിൻ പർപ്പസ് തന്നെ ഇതാണ് അതിന്റെ മൈക്രോബിൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് എന്നുള്ളതാണ് അടുത്ത മാലിക് ആസിഡ് ആണ് malic acid white crystalline powder ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മളൊരു കോമൺ ആയിട്ട് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിലും അത് നമ്മൾ റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്ത ഒന്നാണ് പിന്നെ ടാറ്റാറിക് ആസിഡ് നമുക്കറിയാം നമ്മളുടെ നോർമൽ ടാബ്ലറ്റ്സിലൊക്കെ ഉള്ള ടാറ്റാറിക് ആസിഡ് ആണ് അത് നമ്മുടെ ഫുഡിന് വളരെ നന്നാണ് നമ്മളിപ്പോൾ പുളി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റോറേജും കൂടുതൽ കിട്ടും ഒരു പ്രിവെൻറ്റീവ് ആണ് അത് ശരിക്കും ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉള്ള ഒന്ന് തന്നെയാണ് അടുത്ത വന്നത് കളറിംഗ് ഏജൻസിനെ കുറിച്ചാണ് കളറിംഗ് ഏജൻസ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു നമ്മൾ ഷുഗറിന്റെ കേസിൽ നമ്മളൊന്ന് പറഞ്ഞാണ് കരമലൈസേഷൻ ചെയ്തിട്ട് അതൊരു കളറിംഗ് ഏജന്റ് ആയിട്ട് ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ natural colours other than that ഒരുപാട് നാച്ചുറൽ കളേഴ്സ് ഉണ്ട് പ്ലാന്റ് ചെയ്തെടുക്കുന്ന ആന്തോസൈനിക്സ് കാരോട്ടിനോട്സ് നമുക്കറിയാം നമുക്കിപ്പോ ഈ ഇപ്പൊ ബ്ലൂബെറീസിൽ ഗ്രേപ്സിൽ കിട്ടുന്ന കളറാണ് ആന്തോസൈനിക്സ് അപ്പൊ അത് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ബ്ലൂബെറി ഫ്ലേവർ വരുമ്പോൾ അതിന്റെ ഒരു കളർ വേറെയാണ് ആണ് പേസ്ട്രിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കാരോട്ട് നട്ട്സ് ഉണ്ട് സ്പെഷ്യലി നമുക്ക് നമ്മുടെ ക്യാരറ്റ് അത്തരം സാധനങ്ങളിൽ നൽകുന്ന കാരോട്ട് നട്ട്സ് ബീറ്റ് ലൈൻസ് ഫ്ലോർ ഫൈസ് ഇതൊക്കെ ഓരോ പർട്ടിക്കുലർ കളർ ഉണ്ട് അതിന് ഓരോ പി ഉണ്ട് അത് ടെമ്പറേച്ചർ അനുസരിച്ച് ആ കളറിൽ വേരിയേഷൻസ് വരുത്താം അപ്പൊ പിന്നെ കുർക്കുമിനൊരു ആണോ കുക്ക് കഴിഞ്ഞാൽ നമ്മൾ ടർമറിക്കിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഗോൾഡൻ എല്ലോ കളറാണ് അപ്പോൾ അത് ഒരു മെഡിസിനൽ ആക്ഷൻ കൂടി ഉള്ളതാണ് അതുമാതിരി പാപ്പരയ്ക്ക ഒലിയോ റെസൻസ് അത് നമ്മൾ ചില്ലി ചില്ലി പ്രൊഡക്ട്സ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒലിയോ റെസൻസ് ഇതിനും കളർ ആൻഡ് പഞ്ചൻസി വാല്യൂ കൂടുതലുള്ളതാണ് സാഫ്രോണ് അനാട്ടോ അപ്പോൾ ഇങ്ങനെ കളറിങ് ഏജൻസ് ആയിട്ട് നാച്ചുറലി അവൈലബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും കാരണം ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് നാച്ചുറൽ പ്രൊഡക്ട്സ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള കളറിങ് ഏജൻസ് ആണ് ഫുഡിന്റെ കളർ ആയാലും കളർ ഒരു ഫീച്ചറാണ് ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ കളർ ഫീച്ചറാണ് അപ്പോൾ other than synthetic colours use ചെയ്യുന്നുണ്ട് സിന്തറ്റിക് കളേഴ്സ് തന്നെ അലൗഡ് ആയിട്ടുള്ള ഒരുപാട് സിന്തറ്റിക് കളേഴ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പ്രിസർവേറ്റീവിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അലൗഡ് സിന്തറ്റിക് കളേഴ്സ് ഉണ്ട് ബാൻഡ് സിന്തറ്റിക് അലൈൻസ് ഉണ്ട് ആഫ്റ്റർ uh, ഓൾ എന്ത് സാധനവും സിന്തറ്റിക് ആയിട്ടുള്ള സാധനം uh, നമുക്ക് എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാത്തിനും ഒരു അലൗഡ് റേഞ്ച് ഉണ്ടാവും ആ അലൗഡ് ലിമിറ്റ് ഉണ്ടാവും ആ ലിമിറ്റിന് മേളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതിൽ തന്നെ uh, ഒരു നമുക്ക് നമ്മുടെ ഏജൻസീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് അലോ ചെയ്തിരിക്കുന്ന സിന്തറ്റിക് ടൈസിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊൻസിയാവ് കാർബോസും ഡിത്രോയിസിൻ ടാറ്റാർസിൻ സൺസെറ്റ് എല്ലോ അപ്പൊ അതിന്റെ ഓരോ കളറ് അതിന്റെ അതിനുവേണ്ടി അതെന്താണ് കെമിക്കൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ കുറെ ബാൻഡ് ഡൈസ് ഉണ്ട് നമ്മൾ ഒരു കാരണവശാലും ഫുഡിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാസിനോജനിക് ആയിട്ടുള്ള ബാൻഡ് ഡൈസ് ഉണ്ട് especially Sudan kind of dyes ആണ് അതൊക്കെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് നമ്മളെ സ്പൈസ് ഇൻഡസ്ട്രിയിലൊക്കെ പലപ്പോഴും ചില വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാം മുളകോട്ടിൽ നിന്ന് സുഡാൻ ഡൈ പിടിച്ചു അല്ലെങ്കിൽ സുഡാൻ പിടിച്ചു എന്നൊക്കെ വാർത്ത സുഡാൻ അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ മാതിരി കുറച്ചുകൂടി ചീപ്പാണ് അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ കളർ നൽകുന്നതാണ് കളർ സ്റ്റെബിലിറ്റി കൂടുതലുള്ളതാണ് അതാണ് വൈഡിൽ യൂസ് ചെയ്യാൻ നോക്കും അപ്പോൾ അതൊക്കെ അഡൽട്രേഷന്റെ ഭാഗമാണ് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും പക്ഷെ ഇതെല്ലാം പക്ഷെ ഈ പറഞ്ഞ സിന്തറ്റിക് ഇപ്പൊ അലൗഡ് സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ആണെങ്കിൽ ആ അലൗഡ് റേഞ്ചിനുള്ളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ഇതാണ് ജസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫ്ലേവറിംഗ് ഏജൻസിനെ കുറിച്ച് പറയുന്നുണ്ട് flavouring agents natural flavouring agents ഉണ്ട് നേരത്തെ ഷുഗറിന്റെ കേസിൽ ഷുഗർ ഒരു ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട് അതല്ലാതെ നാച്ചുറലി നമുക്ക് ഒരുപാട് ഫ്ലേവറിംഗ് ഏജൻസ് നമുക്കറിയാം നമ്മുടെ സ്പൈസസിൽ മിക്കത് തന്നെ ഫ്ലേവറിംഗ് ഏജൻസ് തരുന്നതാണ് എസ്പെഷ്യലി സിനിമകളിലെ സിനിമകളുടെ മിക്കവാറും എല്ലാ സ്പൈസസിലും നാച്ചുറൽ ഓയിൽസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നാച്ചുറലി യൂസ് ചെയ്യുന്ന സാധനം like that artificial flavouring agents ഉണ്ട് അതും അലൗഡ് റേഞ്ചിനുള്ളിൽ ഉള്ളിൽ തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ വാനില എസൻസ് അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് എസൻസുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതൊന്നും നാച്ചുറലി ആവണമെന്നില്ല എല്ലാം പലതും സിന്തറ്റിക് പ്രൊഡക്ട്സ് ആണ് പക്ഷെ അതിനൊക്കെ അതിന്റെ യൂസേജിന് കൃത്യമായ ഗൈഡ് ലൈനും റെഗുലേഷൻസും ലിമിറ്റും ഒക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ദാറ്റ് സ്വീറ്റ്നേഴ്സ് സ്വീറ്റ്നേഴ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു ഷുഗർ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സ്വീറ്റ്നേഴ്സ് ആണ് അപ്പോൾ നാച്ചുറൽ സ്വീറ്റ്നസ് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് സോർബിറ്റോൾ നാച്ചുറൽ സ്വീറ്റ്നർ സ്വീറ്റ്നറാണ് സൈലിറ്റോള് ഐസോമാൾട്ട് ഇതൊക്കെ എല്ലാം ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് ഷുഗേഴ്സ് നിന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാറ്റി പ്രൊഡക്ട്സ് മാറ്റി എടുക്കുന്ന ഓരോ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം ന്യൂട്രിറ്റീവ് സ്വീറ്റ്നേഴ്സ് എന്നാണ് അതിനൊക്കെ പറയുന്നത് six carbon atom sugar alcohol ആണ് സോർബിറ്റോൾ ഷുഗർ ആൽക്കഹോൾ ആണ് chemically produce from glucose or commercial use it is highly soluble in water sorbitol has about half sweetness or sucrose okay അതുപോലെ സൈലിറ്റോൾ ഐസോമാട്ട് ഉണ്ട് പിന്നെ അതുമാതിരി അല്ലെ നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നേഴ്സ് ഉണ്ട് ഈ സാക്ടൻസ് ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ബാക്ക് ഫുഡിലൊക്കെ അധികം ഈ നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് സൈക്ലമേറ്റ്സ് അസ്പാർട്ടൈൻ ഇതെല്ലാം നമ്മൾ ബാക്കറി ഫുഡിലുള്ള സ്വീറ്റ്നേഴ്സ് ആണ് ഇതിന്റെയൊക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹൈലി സൊല്യൂബിൾ ആയിരിക്കും വാട്ടറിൽ പിന്നെ thousand to one fifty to one time sweeter than sucrose ആണ് അപ്പോൾ അത് നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം സ്വീറ്റർ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതിന്റെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വലിയ സ്വീറ്റിങ് എഫക്ട് നമുക്ക് അതിന്റെ ഇതിന്റെയൊക്കെ ഇഷ്യൂസ് പറഞ്ഞാൽ ഹൈ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിനൊക്കെ കൃത്യമായ ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന് മേളിൽ പോവാതെയാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ള സ്വീറ്റ്നെസ് എന്ന് പറയുക അതായത് സ്വീറ്റ് എന്നുള്ള ടേസ്റ്റ് അധികം കാലം നിൽക്കുന്നു ഷെൽഫ് ലൈഫിൽ കൂടുതൽ വേണ്ട പ്രൊഡക്ട്സിലൊക്കെ പൊതുവെ ഇത്തരം സ്വീറ്റ്നെസ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം അതിന്റെ സ്വീറ്റ് എഫക്റ്റ് അത്രയും സ്റ്റേബിൾ ആണ് ഇത് നോർമൽ സുക്രസിന്റെ one fifty to two hundred times sweeter ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇത്ര ഹൈ സ്വീറ്റ്നെസ് ഉണ്ടാവുമെന്നും അത് ഇത്ര കാലം സ്റ്റേബിൾ ആയിരിക്കും അറിയാം and different type of artificial സ്വീറ്റ്നേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മിസലേനിയസ് അഡിറ്റീവ്സിനെ കുറിച്ച് എമൾസിഫൈങ് സ്റ്റെബിലിറ്റി ഏജൻസ് അത് നമുക്ക് ഫുഡിൽ വരുന്നതാണ് ആന്റി കേക്കിംഗ് കേക്കിങ് ഏജൻസ് ഇതെല്ലാം ജനറൽ ടൈംസ് ആണ് അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അതിലും ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ഈ അഡിറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് വരുന്നത് വളരെ ജനറൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതുമായിട്ട് കമ്പൈൻ ചെയ്ത് പോയാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ബാക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഈ ടോപ്പിക് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ലിക്വിഡ്സ് ആണ് വരുന്നത് ലിക്വിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫാറ്റ്സ് ആണ് ലിക്വിഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ് ലിക്വിഡ്സ് അവിടെ ലിക്വിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് സ്ട്രക്ചർ ഉണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് അതാണ് ലിക്വിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെക്സ്റ്റ് നമുക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞ മാതിരി തന്നെയാണ് ലിക്വിഡ്സ് ഒക്രസൻ ആദ്യമായി തന്നെ സോഴ്സസ് ഉണ്ട് ഏതൊക്കെയാണ് അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫാറ്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ടേബിൾ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് നോക്കാം പിന്നെ ഫാറ്റ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റിലുള്ള ഫാറ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കൃത്യമായ ഒരു കണ്ടന്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓയിലിലുള്ള ഫാറ്റ് കണ്ടന്റും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതാണ് അതിൽ പറയുന്നത് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡ്സ് ആണ് uh, visible uh, fats are called so because they are the fats that can be seen by us after these are separated from the plant or animal for example vegetable oils ഒക്കെയാണ് നമുക്കറിയാം അത് നമുക്ക് വിസിബിളി ഫാറ്റ് ഫോമിൽ കാണാൻ കഴിയുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ വിസിബിൾ ഫാറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഓയിൽസ് ആണ് ബട്ടർ uh, അല്ലെങ്കിൽ മീറ്റിന്റെ ഫാറ്റ് ഒക്കെ നമുക്ക് വിസിബിളി കാണാം ഫാറ്റ് ഉണ്ടെങ്കിൽ ഇൻവിസിബിൾ ഫാറ്റ്സ് ഉണ്ട് മെയിൻലി മിൽക്കില് ചീസില് പിന്നെ ഇപ്പൊ മീറ്റ് തന്നെയാണെങ്കിലും നമ്മളിപ്പോ ബീഫോ അല്ലെങ്കിൽ പോർക്കോ ഒക്കെ ആണെങ്കിലും നമുക്ക് അതിന്റെ ഫാറ്റ് നമുക്ക് വിസിബിൾ കാണാൻ പറ്റും പക്ഷെ അതർ ദാൻ ദാറ്റ് മീറ്റിന്റെ ഉള്ളിൽ കുറെ ഫാറ്റ് ഉണ്ടാവും ഇൻവിസിബിൾ ഫാറ്റ്സ് ആണ് അപ്പൊ അത്തരം തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഒറ്റ നോട്ടത്തിൽ കാണാൻ മനസ് കാണാൻ കഴിയാത്ത ടൈപ്പ് ഓഫ് ഫാറ്റ്സിനെയാണ് ഇൻവിസിബിൾ ഫാറ്റ്സ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ടാവും ഡെഫിനേഷൻ പിന്നെ ലിപ്പിഡ്സിനെ നമ്മൾ simple complex and derive lipids എന്ന് പറയുന്നത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് സിമ്പിൾ ലിപ്പിഡ്സിൽ പറയുന്നത് triglycerides triacylglycerols compose one one of food major of groups diet ആണ് triglyceride that are solids or semi solids okay ശരിക്കും പറഞ്ഞാൽ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ esters of fatty acids with alcohol ആണ് ഫാറ്റി ആസിഡ് ആൽക്കോൾ തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന എസ്റ്റേഴ്സിനെയാണ് നമ്മൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇതില് ട്രൈഗ്ലിസറൈഡിനെ കുറിച്ച് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് അതൊരു അതൊരു ലിക്വിഡാണ് സിമ്പിൾ ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് കൊടുക്കുന്നത് വാക്സസ് ഒരു സിമ്പിൾ ലിപ്പിഡാണ് simple lips are esters of fatty acid which long chain monohydric alcohols ഇതൊരു മോണോഹൈഡ്രിക് ആണ് അതിന്റെ ലോങ് ചെയിൻ മോണോഹൈഡ്രിക് ആൽക്കഹോളിനെയാണ് വാക്സ് എന്ന് പറയുന്നത് സൂപ്പർ മെസേറ്റീവ് wax beeswax carnauba wax എന്നൊക്കെ പറഞ്ഞു വാക്സിൻ്റെ തന്നെ ഡിഫറെന്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതിന്റെ വലിയ കെമിസ്ട്രികളൊന്നല്ല കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു പെർസെൻറ്റേജും അതിന്റെ ഒരു സ്ട്രക്ചറൽ കാര്യങ്ങളും ഡീറ്റെയിൽസും മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കോംപ്ലക്സ് ലിപ്പിഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നു complex lips esters fatty acid with alcohol okay after all esters of fatty acid with alcohol എന്നുള്ളതാണ് ലിപ്പിഡ് എന്നുള്ള definition or in addition to these two components they contain other groups such phosphate phosphate or carbohydrate carbohydrate moiety അപ്പോൾ ഇതല്ലാതെ ഫാറ്റി ആസിഡിന്റെ എസ്റ്റേഴ്സ് എസ്റ്റേഴ്സ് ഫാറ്റി ആസിഡ് ആൽക്കഹോളും ഫാറ്റി ആസിഡും ചേർന്ന എസ്റ്റ എന്നല്ലാതെ അതിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പോ കാർബോഹൈഡ്രേറ്റ് മൊയിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് phospholipids these complex lipids contain phosphate groups in addition to fatty acids and alcohol okay fatty acid alcohol അല്ലാതെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളതിനാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് phospholipids are contain glycerol as alcohol are known as glycerophospholipids okay glycerol ആണ് അതിന്റെ ആൽക്കോൾ ഗ്രൂപ്പ് എങ്കിൽ അതിന് ഗ്ലിസറോ ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് പറയും ഫിൻഗോസിൻ ആസ് ദ ആൽക്കോൾമായിട്ട് കോൾഡ് സ്വിൻഗോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയും ഓക്കെ അത് ആ ഗ്രൂപ്പിലുള്ള വേരിയേഷൻ അനുസരിച്ച് അതിന്റെ പേരിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ ഇതിന്റെ വലിയ സ്ട്രക്ചറുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി പോവാം അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി അതിന്റെ സ്റ്റെബിലിറ്റി അതിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നോക്കാം എന്ന് പറയുന്നത് these lipids contain carbohydrate group in addition to fatty acid okay സൈക്കോലിപ്പിഡ്സിൽ നമ്മൾ പറഞ്ഞ പോലെ കാർബോ ഹൈഡ്രേറ്റ് ഗ്രൂപ്പ് കൂടി ഉണ്ടാവും ഇവിടെ ഇതൊരു കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പാണ് other than fatty acids and alcohol അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് നമ്മളിപ്പോ കാർബോഹൈഡ്രേറ്റ്സ് ലിപ്പിഡ്സ് ഷെയർ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി വരുന്നത് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ആണ് like that carbohydrates and liquids ഇതിനെല്ലാത്തിന്റെയും ഒരു ബേസിക് പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മുടെ മെറ്റീരിയലിൽ അതിന്റെ ക്ലാസിഫിക്കേഷനും സ്ട്രക്ചറും പ്രോപ്പർട്ടീസ് പിന്നെ അതിന്റെ യൂസേജസ് ഇതാണ് അതിന്റെ ഒരു പോർട്ട്ഫോളിയോ uh, നമ്മുടെ എല്ലാ മെറ്റീരിയലും അങ്ങനെയാണ് സോ uh, നമുക്ക് അതേ പാറ്റേണിൽ തന്നെ ഇവിടെ കണ്ടിന്യൂ uh, ചെയ്യാം what is proteins and enzymes ആണ് അതിന്റെ ഒക്കറൻസ് ആണ് first how that name came അതാണ് ആദ്യത്തെ ഒരു സെഷനിൽ പറഞ്ഞു പോകുന്നത് proteins has the flow following composition the composition of proteins അത് ഒന്ന് നോട്ട് ചെയ്ത് note is carbon hydrogen oxygen nitrogen and sulphur അപ്പോൾ അതിന്റെ ഒരു റേഷ്യോ ഉണ്ട് ഹൈ എമൗണ്ട് കാർബൺ ആണ് then comes oxygen then comes nitrogen then hydrogen and sulphur ഇതാണ് പ്രോട്ടീൻസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലി കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പ്ലാന്റ് പ്രോട്ടീൻസിന് proteins consists of pulses and oil seed fresh vegetables അപ്പൊ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആണ് പലപ്പോഴും നമ്മുടെ പൾസസ് അധികവും അപ്പൊ അതിൽ ഓരോന്നിനും ഉള്ള പ്രോട്ടീൻ കണ്ടന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് പൾസസ് നമ്മളുടെ ഒരു കൺവെൻഷണൽ രീതിയും അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ് നമ്മളുടെ ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡിലെ ഒരു ഫുഡിന്റെ ഭാഗമാണ് കഞ്ഞിയും പയറും കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ദാലും റൈസ് കഴിക്കുന്ന പോലെ ഇത് നമ്മളുടെ ഒരു കൾച്ചറിന്റെ തന്നെ ഭാഗമാണ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പൾസസ് നമ്മളുടെ ഫുഡ് പാറ്റേണിൽ അതിപ്പോ എന്തുകൊണ്ടെന്നുള്ളതിന് ആൻസർ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം അത്രത്തോളം പെർസെൻറ്റേജ് പ്രോട്ടീൻ അടങ്ങിയതാണ് നമ്മളുടെ പൾസസും ദാൽസൊക്കെ ഒക്കെ ലൈക്ക് ദാറ്റ് ആനിമൽ സോഴ്സസും പ്രോട്ടീൻസും മെൻഷൻ ചെയ്യുന്നുണ്ട് meat milk egg egg milk ഒക്കെയാണ് മീറ്റൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ് അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഫിഷ് ഇതൊക്കെയാണ് പ്രോട്ടീൻസിന്റെ അനിമൽ സോഴ്സസ് മെയിനായിട്ട് പിന്നെ കുറച്ച് മൈക്രോബിയൽ സോഴ്സസ് ഉണ്ട് single cell proteins and are isolated from microorganisms അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് ചെയ്തെടുക്കുന്ന ആൽഗേസിൽ നിന്ന് ഫംഗസ് ഫംഗലിൽ നിന്നൊക്കെ എടുക്കുന്ന ഇപ്പോൾ ന്യൂട്രൻറ്റ് അല്ലെങ്കിൽ ഇൻ ഫുഡ് ഡെവലപ്മെന്റ്സിൽ വരുന്ന ഒരു ഏരിയ ആണ് അതും ഇപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലോവർ ക്വാണ്ടിറ്റി ഫുഡിൽ നിന്ന് മാക്സിമം പ്രോട്ടീൻ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റൈൽ ഇപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് പ്രോട്ടീൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് പ്രോട്ടീൻസിന്റെ അതിന്റെ ബേസിക് ഷേപ്പ് ആൻഡ് സൈസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് ഗ്ലോബുലർ പ്രോട്ടീൻസ് ഉണ്ട് ഫിബ്രോസ് പ്രോട്ടീൻസ് ഉണ്ട് അപ്പൊ അതിൽ പറയുന്നത് these contains folded coils of peptide chains അറിയാം പ്രോട്ടീൻസ് പെപ്റ്റൈഡ് ചെയിൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട് fibrous proteins class of proteins look likes fibres ആണ് ഫൈബർ പോലെ ഇരിക്കുന്ന പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ പറയുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ keratin in hair actins and mysosins and muscles and collagens are examples of this uh, type of proteins ഇതിപ്പോൾ കൊളാജൻ പ്രോട്ടീൻ്റെ മയോഗ്ലോബിൻ്റെ പിക്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കൊളാജൻ നമ്മളൊരു ഫുഡിൽ നമ്മുടെ ഈ എന്താ പറയുക കൊളാജൻ പെപ്റ്റൈഡ്സ് ആയിട്ട് തന്നെ നമ്മൾ പലപ്പോഴും ഫുഡിൽ ആഡ് ചെയ്ത് കഴിക്കുന്നതാണ് പ്രത്യേകിച്ച് ഡെസേർട്സിലൊക്കെ അതിൻ്റെ ഒരു ഫ്ലേക്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലൊക്കെ കൊളാജൻ വളരെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബോൺസിനെ നമ്മളുടെ ഈ ബോൺ ജോയിൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് കൊളാജൻ അപ്പൊ അത് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ classification on the basis of products of hydrolysis ആണ് on on the basis of products on hydrolysis proteins can be classified into three categories simple proteins conjugated proteins and derived proteins ആണ് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ ബേസിലാണ് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് simple proteins are those which are made of amino acid units each joined by peptide bond അറിയാം അമിനോ ആസിഡ്സും പെപ്റ്റൈഡ് ബോൺസും ആണ് നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു മെയിൻ സ്ട്രക്ചറിന്റെ ഭാഗം simple proteins are those which are made of amino acid units each joined by peptides amino acids മാത്രമുള്ള പെപ്റ്റൈഡ് ജോയിൻഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻസിനാണ് സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് upon hydrolysis the yield only a mixture of amino acids okay നമ്മൾ ഹൈഡ്രോളിസ് ചെയ്താൽ അമിനോ ആസിഡ്സിന്റെ ഒരു മിക്സർ മാത്രമേ കിട്ടുന്നുള്ളൂ type of simple proteins with their examples proteins നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എന്തിൽ നിന്നൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് conjugated proteins are composed of simple proteins combined with non protein substance അപ്പോൾ ആദ്യം നമ്മൾ സിമ്പിൾ പ്രോട്ടീൻ എന്താണെന്ന് പറഞ്ഞു സിമ്പിൾ പ്രോട്ടീനുകൾ ചേർന്നിട്ടുണ്ടാവുന്ന നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ് വഴി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഹയർ ആയിട്ടുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് കോൺജുഗേറ്റഡ് മോളിക്യൂൾസ് പറയുന്നത് non protein substances called prosthetic group or cofactor ഈ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കോഫാക്ടർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് ഈ സിമ്പിൾ പ്രോട്ടീൻസിനെ കമ്പൈൻ ചെയ്തിട്ട് കോൺജുഗേറ്റ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് chromoprotein phosphoprotein lipoproteins അങ്ങനെ അത് ടൈപ്സ് ഓഫ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് പറയുന്നുണ്ട് okay then comes derived proteins uh, these are not naturally occurring proteins and are obtained from a simple proteins are by the action of enzymes and chemical agents so the peru thane ariyam the derived cheyidirunna proteins aanu but adakka natural proteins anengil ee natural proteins ne derive cheyidunna mechanical techniques lode derive cheyidirunna proteins aanu derived proteins parayana on the basis of biological functions proteins are classified like these types of proteins on the basis of functions of preferred adu namukku ariyam uh, enzymes storage proteins regulatory proteins ഇവർ ഏഴ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് uh, നമ്മുടെ ടെക്സ്റ്റ് പറയുന്നില്ല സോ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് പർട്ടിക്കുലർ uh, പ്രോട്ടീനും എന്താണ് അതിന്റെ ഫംഗ്ഷനും എന്താണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്നെങ്കിലും നമ്മൾ നോക്കി വെച്ച് പോകുന്നത് നമുക്ക് ആൻസർ ചെയ്യാൻ ഹെൽപ്ഫുൾ uh, ആയിരിക്കും പിന്നെ ഒരു കാറ്റഗറിയാണ് emulsoids and suspensoids emulsoids are those proteins which stay in solution with lot lot of bound water and not coagulated by mild acids. On the other hand, suspenoids are those proteins that stay suspended due to the repulsion between charges. These are coagulated at their isoelectric point or by the charge of neutralization. Milk is a good example as it contains both these types. Okay. ഇപ്പോൾ എമൾസോയിഡ്സ് എന്ന് പറഞ്ഞാൽ proteins which stay in solution with lot of bound water and are not coagulated അപ്പോൾ അത് വളരെ ഫ്രീ ആയിട്ട് ബൗണ്ട് വാട്ടറിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് പ്രോട്ടീൻസിനെയാണ് നമ്മൾ എമൾസോയിഡ്സ് എന്ന് പറയുന്നത് സസ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ stay suspended due to the repulsion between charges അവർക്ക് ഒരു സസ്പെൻഷൻ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും due to because of the repulsion between charges ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു സസ്പെൻഡ് ഫോമുല സ്റ്റേ ചെയ്യാനായിരിക്കും അത് പ്രിഫർ ചെയ്യുന്നത് Milk is a good example as it contains both these types. Okay. on mild acidification, the casein so, uh, suspenoid separates out and the other proteins remains in the solution and can be separated by filtration. These are called milk serum or whey protein and contain a number of proteins like lacto-albumin. അത് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മളിപ്പോ ഈവൻ കൈൻഡ് ഓഫ് നമ്മൾ തൈര് ഫോർമേഷനിൽ പോലും ഏറെക്കുറെ സിമിലർ കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത് പ്രോട്ടീൻ ആണ് മാറി വരുന്നത് ഓക്കെ അതാണ് മെയിൻ ആയിട്ട് അതിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് പിന്നെ അടുത്ത് വന്നത് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിനെ കുറിച്ചാണ് പ്രോട്ടീൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അമിനോ ആസിഡിന്റെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് പറയാം these proteins are polymers of alpha amino acids which is joined together through uh, peptide bonds. Amino acids peptide bond വഴി ലിങ്ക് ചെയ്തിട്ടാണ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവുന്നത് അത് നമ്മൾ ആദ്യമേ പറഞ്ഞു അപ്പൊ എന്താണ് അമിനോ ആസിഡ് എന്നാണ് പറയുന്നത് amino acids are organic molecules and as the name suggest an amino acid consist of an amino group and carboxyl group okay ഇവിടെ ഒരു general structure of an alpha amino acid കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും this is amino group and next group and carboxyl group this is the carboxyl group C O H എന്നുള്ളത് കാർബോക്സിൽ ഗ്രൂപ്പ് അതാണ് അതിന്റെ ആസിഡ് പാർട്ട് ഇത് അമിനോ പാർട്ടാണ് it's kind of bit basic പാർട്ടാണ് അപ്പോൾ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും കൂടി ഒരുമിച്ച് വരുന്ന കൈൻഡ് ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ അമിനോ ആസിഡ് കോമ്പൗണ്ട്സ് പറയുന്നത് ആസിഡ് എന്ന് പറയാൻ കാര്യം ഇതിൽ സി ഒ എച്ച് ഉള്ളതുകൊണ്ടാണ് അമിനോ എന്ന് പറയാൻ പറയാൻ കാര്യം എൻ എച്ച് ടു ഉള്ളതുകൊണ്ടാണ് അപ്പൊ അമിനോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് അപ്പൊ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ചേർന്നുണ്ടാവുന്ന കൈൻഡ് ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് the carbon is called alpha carbon because it is adjacent to the carboxyl group okay ഈ കാർബോക്സിൽ ഗ്രൂപ്പിനോട് അടുത്തിരിക്കുന്ന കാർബൺ ആറ്റം അത് ആൽഫ കാർബൺ ആറ്റം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ alpha amino alpha carbon because it is adjacent general formula of alpha amino acid can represent ഉണ്ടാകും അതുകൊണ്ടാണ് ആൽഫ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അതായത് അമിനോ ഗ്രൂപ്പ് ലിങ്ക് ആയിരിക്കുന്ന കാർബോക്സിൽ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ആസിഡിന്റെ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ തന്നെ ആൽഫ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പോലെ ആ സ്ട്രക്ചർ ഓർത്തിരിക്കാം പിന്നെ essential and non essential amino acid എന്ന കാറ്റഗറിനെ കുറിച്ച് പറയുന്നത് base of their source in the living system the amino acids classified essential or non essential amino of the 20 standard amino acids in the case of humans more than half of these can be made by the body itself while the others must come from the diet Okay. അതായത് നമുക്ക് അത്യാവശ്യം എസെൻഷ്യലി വേണ്ട ഒരു ട്വന്റി അമിനോ ആസിഡ്സ് ആണ് ഉള്ളത് the former are called non essential amino acids ആണ് ലാറ്റർ ആൾക്കോൾഡ് അസിഡ്സ് അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞ ബോഡി തന്നെ ഇരുപത് അമിനോ ആസിഡ്സ് ആണ് നമുക്ക് വേണ്ടത് അതിൽ പത്തെണ്ണം ഓൾമോസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പത്തെണ്ണമെങ്കിലും നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനെ നോൺ എസെൻഷ്യൽ അമിനോ എന്ന് നടക്കുന്നത് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നതാണ് അടുത്ത പത്തെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടേണ്ടതാണ് അപ്പൊ അത് നമുക്ക് മസ്റ്റായിട്ട് വേണം അത് നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടേണ്ടത് വേണം അതുകൊണ്ടാണ് അതിന് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ആദ്യത്തേതും എസെൻഷ്യൽ തന്നെയാണ് ബട്ട് അത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്നതുകൊണ്ട് ആ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കും അടുത്തതിന് വേണ്ടത് നമുക്ക് കൃത്യമായി നമ്മുടെ ഫുഡിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പർപ്പസ്ഫുള്ളി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ വേണ്ട അമിനോ ആസിഡ്സിന്റെ requirement of essential amino acids എന്ന് പറഞ്ഞിട്ട് പെർ കെ ജി ഡയറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ആറ് എട്ട് മോളിക്യൂൾസിന്റെ പെർ കെ ജി ഡയറ്റിലുള്ള പെർസെൻറ്റേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു ഫോമിൽ ആയിരിക്കില്ല കഴിക്കുന്നത് നമ്മൾ പല പ്രോട്ടീൻ ബേസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് requirement of essential amino acid per kilogram of the dietary proteins called reference pattern. It's a term അതും നോട്ട് ചെയ്യണം what is reference pattern of the amino acid എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ റിക്വയർമെന്റ് ആണ് okay it's not the requirement of the non essential amino acid but the essential amino acid നമ്മൾ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ നോൺ എസെൻഷ്യൽ നമുക്ക് വേണ്ടാത്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത് അത് നമ്മുടെ ബോഡി നാച്ചുറലി അതിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തിരിക്കുന്നത് ബട്ട് എസെൻഷ്യലി നമ്മൾ നമ്മൾ ഫുഡിൽ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യണം എന്നുള്ള ഒന്നാണ് അതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ പേരിൽ അതിന്റെ പ്രാധാന്യം ഇല്ലാതാവുന്നില്ല പ്രാധാന്യം only because how you include that one into your diet അതാണ് ഓക്കെ അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ പിന്നെ പെപ്റ്റൈഡ്സിനെ കുറിച്ചാണ് പറയുന്നത് two or more similar or different amino acids combine to give condensation product with elimination of water molecule the product is called peptide okay ഇവിടെ ആ റിയാക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു അമിനോ ആസിഡ് ഗ്രൂപ്പാണ് അവിടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് സെയിം ലൈക്ക് ഇതും ഒരു അമിനോ ആസിഡ് ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് അമിനോ ഗ്രൂപ്പ് ഉണ്ട് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ മോളിക്യൂളിനെ എലിയൂട്ട് വാട്ടർ മോളിക്യൂള് ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പാർട്ട് ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്യൂളിനെയാണ് പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ആ ബോണ്ടിനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്നും പറയുന്നത് okay Okay. The uh, amyl linkage joining the carboxyl group of one amino acid to the amino group of other amino acid is called peptide bond. Okay. അതാണ് നമ്മൾ ഇവിടെ കണ്ടത് carboxyl group of one amino acid ഈ അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പാണ് ഇത് form a bond with with amino group of the next carboxyl amino acid അത് നെക്സ്റ്റ് അമിനോ ആസിഡിന്റെ കാർബോക്സിൽ അമിനോ ഗ്രൂപ്പിലാണ് തമ്മിൽ ചേർന്നിട്ട് വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ബോണ്ടേജ് ഉണ്ടാക്കുന്നതിനാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് okay two amino acids joint to form a dipeptide three form a tripeptide okay അപ്പൊ നമ്മളത് രണ്ടോ മൂന്നോ ചേർന്ന് ഉണ്ടാകുന്ന അമിനോ ആസിഡ് ചെയിൻസിനെയാണ് നമ്മൾ ഡൈ ട്രൈ എന്ന പേരൊക്കെ പറഞ്ഞു പോകുന്നത് ഇനി peptide amino acids carboxyl group participates in the formation of the peptide bond Peptide bond has a free amino group and is called as the N terminal of the amino acid Okay. അത് peptide amino acid whose carboxyl group part, in the formation of the peptide the has a free a നമ്മൾ ഈ കാർബോക്സിൽ ഗ്രൂപ്പിൽ ഈ പോർഷനാണ് ബോണ്ട് ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് ബട്ട് ഈ അമിനോ ഗ്രൂപ്പ് ഫ്രീ ആണ് അതിനെയാണ് N terminal of the peptide എന്ന് പറയുന്നത് ഈ പെപ്റ്റൈഡിന്റെ ഇതാണ് ഒരു ഫൈനൽ പെപ്റ്റൈഡ് ഉണ്ടായി ഈ ഫൈനൈഡിൽ നമുക്ക് ഫൈനൽ പെപ്റ്റൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അമിനോ ഗ്രൂപ്പിനെ ഫ്രീ അമിനോ ഗ്രൂപ്പിനെയാണ് എൻ ടെർമിനൽ പറയുന്നത് correspondingly the amino acid which with a free carboxyl group is called C terminal of the peptide ഇതിന് ഒരു ഫ്രീ കാർബോക്സിൽ ഉള്ള ടെർമിനൽ ഉണ്ട് അതിന് സി ടെർമിനൽ എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡിന്റെ എൻ ടെർമിനൽ എന്താണ് സി ടെർമിനൽ എന്താണ് പെപ്റ്റൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അമിനോ ആസിഡ് എന്താണ് അമിനോ ആസിഡുകൾ എന്താണെന്ന് മനസ്സിലാക്കി അമിനോ ആസിഡുകൾ ചേർന്ന് എങ്ങനെ പെപ്റ്റൈഡ് എന്താണെന്ന് മനസ്സിലാക്കി ഈ ഒരു പെപ്റ്റൈഡിലെ രണ്ട് ടെർമിനൽസ് ഉണ്ട് അതിന്റെ ഫ്രീ കാർബോക്സിലിക് ഗ്രൂപ്പുള്ള ടെർമിനലിനെ സി ടെർമിനൽ പ്രീ ബി അമിനോ ഗ്രൂപ്പുള്ള ടെർമിനലിനെ എൻ ടെർമിനൽ എന്നും രണ്ട് ടെർമിനൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കി number of amino acids in the peptide vary from two to hundreds okay പെപ്റ്റൈഡ്സിൽ നമ്പർ ഒരുപാട് രണ്ട് മുതൽ നൂറ് വരെയെങ്കിലും അവ peptides contain three to ten residues are called oligopeptides and the number is very large then it is called polypeptides okay നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞത് ഒലിഗോസാക്രൈഡ്സ് പോളിസാക്രൈഡ്സ് ഒക്കെ പറഞ്ഞു അപ്പൊ അവിടെ നമ്മൾ ത്രീ ടു നയൻ ആണ് ഒലിഗോസാക്രൈഡ്സ് പറഞ്ഞത് ത്രീ ടു ടെൻ തന്നെ ഒലിഗോ പെപ്റ്റൈഡ് എന്ന് പറയും പിന്നെ മോർ ദാൻ നയൻ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പോളി കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പോളി പെപ്റ്റൈഡ്സ് എന്ന് പറയും ഓക്കെ ലൈക്ക് ദറ്റ് അപ്പൊ പേരിന്റെ ടെർമിനോളജി എങ്ങനെ വരുന്നു അതിന് ഏത് നമ്പറിലാണ് ഒലിഗോ അല്ലെങ്കിൽ പോളി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇനി അടുത്ത സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ് മൂന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ് പ്രോട്ടീൻസ് പറയുന്നത് സോറി മൂന്നല്ല നാല് primary secondary tertiary and quaternary primary structure structure of a protein is sequence of amino acid residues in a completely assembled polypeptide chain the chain begins with the first amino acid residue at the N terminal progress in sequence to the last amino acid at the C terminal അത് അതായത് ഒരു സീക്വൻഷ്യൽ ചെയിൻ ആയിരിക്കും നമുക്ക് നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെയുള്ള ഒരു സീക്വൻഷ്യൽ ചെയിൻ ആണ് ഈ ചെയിൻ ഇവിടെ നിന്ന് കണ്ടിന്യൂ കണ്ടിന്യൂ പോകുമ്പോൾ നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് ചെയിനിന്റെ ഒരു ലെഫ്റ്റ് എൻഡ് ഇനിഷ്യൽ എൻഡെങ്കിൽ അവിടെ ഒരു ഫ്രീ അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും അതുമാതിരി തന്നെ ഈ പ്രോസസ്സ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അഞ്ചെണ്ണം ആഡ് ചെയ്തിട്ട് നിൽക്കണം അപ്പോൾ അവിടെ ഫ്രീ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും അത്തരം വരുന്നതിനാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് secondary structure of proteins related to the way in which the chain of amino acid either twist folds back upon itself to form sheet helical uh, sheet like or നമ്മൾ നേരത്തെ ഒരു സ്ട്രക്ചർ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു അതായത് അത് കൊളാജൻ മൈ മൈക്രോബ്യൂട്ടിനൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇവിടെ സ്ട്രക്ചർ രണ്ടോ മൂന്നോ കൈ കഴിയുമ്പോൾ അത് ചെയ്തോ അല്ലെങ്കിൽ തിരിഞ്ഞോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനൊരു ഹെലിക്കൽ സ്ട്രക്ചറിലേക്കോ പ്ലാനർ സ്ട്രക്ചറിലേക്കോ മാറാൻ നോക്കുക അങ്ങനെയാണ് നമ്മൾ secondary structure secondary structure of protein is related which chain of amino acid either ഇവിടെ നമ്മൾ ഉണ്ടാകുന്ന ചെയിൻ ഒന്നുകിൽ ട്വിസ്റ്റ് ചെയ്യുക ഫോൾഡ് ചെയ്യുക എക്സെപ്റ്റ് ഫോം എ ഹെലിക്കൽ ഷീറ്റിലേക്ക് കുറെ റാൻഡം അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ secondary structure first two are respectively called alpha helix and beta related sheet structure അടുത്ത പറഞ്ഞത് ടേഴ്സറി സ്ട്രക്ചർ ആണ് tertiary structure of the protein refers the overall three dimension structure of the protein secondary structure of the different of the polypeptide chain put together give an shape to the the this is called called the native structure of the protein okay protein structure overall the protein refers of the protein ആണ് പ്രോട്ടീന്റെ ഓവറോൾ ത്രീ സ്ട്രക്ചർ ആണ് ടെർഷറി സ്ട്രക്ചർ എന്ന് second secondary structures of the different regions of the polypeptide chain together give an overall shape the polypeptide This is called a native structure. Okay. So secondary sector of protein, alpha helix structure, beta platelet structure എന്ന് പറഞ്ഞ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അടുത്ത് വന്നത് കോട്ടൈനറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് many proteins exist naturally as aggregates of two or more polypeptide chains naturally എപ്പോഴും നമുക്ക് ഈ ഒരു ഫോമിലായിരിക്കും അധികം പ്രോട്ടീൻസും നിൽക്കുന്നത് each of these polypeptides is usually folded into an apparently independent conformation these aggregated structures are called what structures the പ്രോട്ടീൻ of the protein പല ടൈപ്പ് ഷേപ്പ് ലൈക്ക് കൺവേർട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒരു ക്ലോസ് സ്ട്രക്ചറായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് സ്ട്രക്ചറായിട്ടോ മാറി നിൽക്കുന്നതിനാണ് നമ്മൾ കോട്ടനൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് structure of haemoglobin detecting the quaternary structure of proteins ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറാണ് അപ്പോൾ ഒരു അയൺ ആറ്റത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു ലിങ്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതൊക്കെയാണ് അതിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോട്ടീൻസ് പറയുന്നുണ്ട് ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഒന്ന് ഐസോ ഇലക്ട്രിക് പോയിന്റ് ആണ് amino acids are therefore the proteins can act both as acid and base. they are called to be amphoteric in nature. നമ്മൾ കണ്ടതാണ് അമിനോ ആസിഡ് സ്ട്രക്ചറിൽ ഒരു സൈഡിൽ കാർബോക്സിലിക് ആസിഡിന്റെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും അപ്പുറത്തെ സൈഡിൽ ഒരു അമിനോ ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ ഒരു ആസിഡിക് നേച്ചറും ഉണ്ട് ബേസിക് നേച്ചറും ഉണ്ട് അപ്പൊ അത്തരം കോമ്പൗണ്ട്സിനെ പൊതുവെ ഫോട്ടോറിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പോട്ടറിക് നേച്ചർ എന്ന് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു due to the presence of charge groups they have an ability to migrate presence of an electric field അറിയാലോ ഇപ്പൊ ഓൾറെഡി നമുക്കൊരു ചാർജ് സെപ്പറേഷൻ ഉണ്ട് കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ ഒരു പോസിറ്റീവ് ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ amino group negative shield create ചെയ്യും ടേംസ് ഫിക്സ് ചെയ്യില്ലെന്നായിരിക്കില്ല ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ഒരു ചാർജ് ഡിഫറൻസ് കൊണ്ട് അതിന്റെ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കും nature and number of charges depend upon the p H of the medium and at a specific p H the protein exists in electrically neutral form this is known as isoelectric point okay nature and number of charges uh, depends upon the of the medium medium and at a specific pH the protein exists electrically neutral. നമ്മൾ പി എച്ച് അനുസരിച്ചാണ് പ്രോട്ടീന്റെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നത് അപ്പൊ ഒരു പർട്ടിക്കുലർ പി എച്ചിലായിരിക്കും പ്രോട്ടീൻ അതൊരു ന്യൂട്രൽ ഫോമിലേക്ക് നിൽക്കുന്നത് ബാക്കിയെല്ലാം ചാർജ് കണ്ടീഷൻസിനും അതിന്റെ പി എച്ചിന് variation this p H known as the isoelectric point or p I of the protein okay ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് what is isoelectric point or p I of the protein അത് നോക്കുക അതിന്റെ പി എച്ച് പറഞ്ഞാൽ p I the protein would move towards the cathode while at a pH greater than the pH, it will move to, uh, towards anode. Okay, അത് കാതോഡിലേക്കോ ആനോഡിലേക്കോ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കറിയാം കാതോഡ് എന്ന് പറഞ്ഞാൽ കാറ്റയോൺസ് വരുന്ന ഇലക്ട്രോണും ആനോഡ് എന്ന് പറഞ്ഞാൽ അനയോൺസ് വരുന്ന ഇലക്ട്രോണുമാണ് അപ്പോൾ പി എച്ച് മാറുന്നതനുസരിച്ച് അത് പോസിറ്റീവോ നെഗറ്റീവോ ചാർജിന് പ്രിഡോമിനൻസ് കിട്ടും അതനുസരിച്ച് അത് കാതോഡിലേക്ക് ആനോഡിലേക്ക് റെസ്പെക്റ്റീവ്ലി മൂവ് ചെയ്യും അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് since charges on different proteins at a given pH are different, these can be separated in a process called for electrophoresis. അപ്പോൾ എങ്ങനെയാണ് സെപ്പറേഷൻ എന്നുള്ളതിന് ഒരു ആൻസർ കൂടിയാണ് ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് കാരണം ചാർജ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് Solubility of proteins is influenced by the nature of the solvent, pH, temperature, etc. Globular proteins are generally more soluble in aqueous media in comparison to elongated fibrous proteins such as keratin. So, solubility, solubility എങ്ങനെയാണെന്നുള്ളതാണ് വാട്ടർ സൊലിബിലിറ്റി അതിന്റെ p H temperature nature of solvent ഒക്കെ അനുസരിച്ചിരിക്കും കാരണം ഇലക്ട്രിക് ഒരു ചാർജ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് പൊളാരിറ്റി ഉണ്ടാകും അപ്പൊ അത് എങ്ങനെ അത് സൊല്യൂബിൾ ആകും എന്നുള്ളത് ആണ് അവിടെ പറഞ്ഞു പോകുന്നത് അപ്പൊ പിന്നെ പ്രോട്ടീന്റെ പ്രസിപ്പിറ്റേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത് precipitated without getting denaturated at isolatory pH in presence of salts of he or heavy metals or in presence of non-polar solvents like chloroform. അത് പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും പിന്നെ പ്രോട്ടീൻസിന്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് ഹൈഡ്രേഷൻ പ്രോപ്പർട്ടീസിന്റെ പ്രോട്ടീൻ വാട്ടർ ഇന്ററാക്ഷൻസ് ആണ് structure formation properties surface properties അങ്ങനെ മൂന്ന് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ആണുള്ളത് ഇതും ഒരു ജനറൽ കാറ്റഗറിയിൽ പറഞ്ഞു പോകാം ഹൈഡ്രേഷൻ പ്രോപ്പർട്ടീസിൽ മെയിൻ ആയിട്ട് ജെൽ ഫോർമേഷൻ ആണ് വരുന്നത് അത് കൂടുതൽ ജെല്ല് ഫോർമേഷൻ സാധ്യതയുണ്ട് കാരണം വാട്ടറുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അങ്ങനെയാണ് സ്ട്രക്ചർ ഫോർമേഷനിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് As mentioned about the formation of a gel involves protein protein interaction this is the role of water it involves uh, interplay of water the gela- uh, gelatin plays a role in uh, water absorption water control thicknesses another crucial property of protein is dough formation you know that the dough is nothing but a straw cohesive and viscoelastic mass formed from the gluten the protein present in wheat grain endosperm നമുക്കറിയാലോ gluten ആണ് വീറ്റ് ഗ്രെയിൻ എൻഡോസ്പെയറിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അത് ഡോ ഫോർമേഷൻ എങ്ങനെ ആവുന്നു എന്നുള്ളതാണ് അപ്പൊ dough formations another kind of structural protein അതിന്റെ പ്രോപ്പർട്ടിയാണ് പിന്നെ സർഫസ് പ്രോട്ടീൻ ഉണ്ട് സർഫസ് സർഫസ് പ്രോട്ടീൻ അല്ല സർഫസ് പ്രോപ്പർട്ടീസ് ഉണ്ട് പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻസ് ആണ് സർഫസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ് ഇതും കുറച്ചുകൂടി ഒരു ജനറൽ ടൈംസിൽ നമുക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കലി നമ്മൾ പറയേണ്ടുന്ന പോയിന്റ്സ് ഒന്നുമില്ല സ്വാഭാവികമായിട്ട് ഫുഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞാണ് എന്തൊക്കെയാണ് ഫുഡ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് അത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫുഡ് പ്രോട്ടീൻസ് ഇപ്പൊ soya protein concentrates vegetable proteins ഏറ്റവും കൂടുതൽ റിച്ച് പ്രോട്ടീൻസ് കിട്ടുന്ന ഒന്നാണ് സോയാബീൻ സോയ പ്രോട്ടീൻസ് അതിന്റെ പെർസെൻറ്റേജ് കണ്ട് പറയുന്നുണ്ട് എത്ര ടു കണ്ട് not less than seventy percent proteins moisture free juices അതാണ് സോയ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സിലുള്ളത് അതുപോലെ സോയ പ്രോട്ടീൻസ് ഐസൊലേറ്റ്സ് ഉണ്ട് നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും പ്രോട്ടീൻ ബി പ്രോട്ടീൻസ് ഉണ്ട് പ്രോട്ടീൻ ഹൈഡ്രോ ഹൈഡ്രോഗ്ലൈസേറ്റ്സ് ഉണ്ട് അപ്പോൾ different type of protein products in food industry ആണ് ഉള്ളത് അതും ഈ പറഞ്ഞ മാതിരി ഡീറ്റെയിൽ സ്ട്രക്ചറിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ജനറൽ ടൈംസ് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത് പിന്നെ വരുന്നത് എൻസൈംസ് ആണ് എൻസൈമിനെ ഒരു എൻസൈം നമ്മൾ പറഞ്ഞു fermentation catalytic agent of yeast സെൽവർ സബ്സിക്വന്റ് ഐഡന്റിഫൈസ് പറഞ്ഞത് ഫെർമെന്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഫെർമെന്റേഷൻ പ്രോസസ് ഉണ്ട് ഈസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫെർമെന്റേഷനിൽ എന്താണ് നടക്കുന്നത് എൻസൈമിന്റെ പ്രസൻസിലാണ് ഫെർമെന്റേഷൻ നടക്കുന്നത് അതാണ് എൻസൈംസ് പറയുന്നത് enzymes may some have a non protein component attach protein part okay non protein component protein പാർട്ടിലേക്ക് this may have an organic compound or a metal ആയാണ് former is called coenzymes okay അത് എൻസൈം എന്താണെന്നുള്ള ഡെഫിനേഷന്റെ ഭാഗമാണ് പ്രോട്ടീൻസ് ദാറ്റ് കറ്റലിസ് ബയോകെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻസൈംസ് പറയുന്നത് അപ്പൊ അതിലൊരു നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും നോൺ പ്രോട്ടീൻ പാർട്ട് അത് മേ ബി എ മെറ്റൽ ആവാം ഓർഗാനിക് കോമ്പൗണ്ട് ആവാം നോൺ അപ്പൊ നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് കോൻസൈ എന്ന് പറയുന്നത് ലാറ്റിനെ കോ ഫാക്ടർ എന്ന് പറയുന്നു protein part part non protein part together forms holo forms the holo enzyme as illustrated holoenzyme hollow enzyme. Sometimes the non-protein part remains so tightly bound to the protein part and that it cannot be dissociated. Such non-protein part is called as prosthetic group. Okay. Schematic representation of enzyme പറഞ്ഞു nomenclature and classification of enzymes ആണ് is in affix ACE or example urea is an ex- uh, enzyme act, uh, acting on urea. പിന്നെ എൻസൈംസിന്റെ നോമൻക്ലേച്ചർ code of numbers ആണ് പറയുന്നത് ഐൻസ്റ്റൈൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ കുറെ code of code of Einstein classification കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ ഓക്സി റിഡക്റ്റൻസ് ട്രാൻസ്ഫറൈസ് ഹൈഡ്രോലൈസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓരോ കോഡ് ഓഫ് പറയുന്നുണ്ട് E C four E C three അങ്ങനെ ഓരോ കോഡ് അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ ഓരോന്നിന്റെ കറസ്പോണ്ടിങ് പേരും അതിന്റെ കോഡും അല്ലെങ്കിൽ എക്സാമ്പിളും നോക്കി അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് പിന്നെ മോണോ മോണോമറിക് ആൻഡ് ഒലിഗോമറിക് എൻസൈംസിനെ കുറിച്ചാണ് പറയുന്നത് monomeric enzymes contain a single polypeptide unit while the oligomeric enzymes contain two or more units നമ്മൾ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോണോ ഒലിഗോ പോളി പറഞ്ഞ പേരുകളിൽ ഒരു നമുക്കൊരു ഐഡിയ ഉണ്ട് മോണോ സിംഗിൾ യൂണിറ്റ്സ് ആയിരിക്കും ഒലിഗോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ യൂണിറ്റ്സ് ഉണ്ടാവും പോളി എന്ന് പറയുമ്പോൾ ലാർജർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ചേർന്നതായിരിക്കും അതാണ് പറഞ്ഞു വന്നത് എൻസ്റ്റൈൻ യൂട്ടിലൈസേഷൻ ആണ് ഏറ്റവും വലിയ യൂട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞ ബ്രെഡ് മേക്കിംഗിലാണ് ഫെർമെന്റേഷനും അതുമാതിരി ഈസ്റ്റിന്റെ ആക്ഷൻ ബ്രെഡ് മേക്കിംഗിലാണ് പിന്നെ വെജിറ്റബിൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതും ഈ പറഞ്ഞ മാതിരി മൈക്രോബിൽ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് എൻസൈൻസ് യൂസ് ചെയ്യുന്നുണ്ട് ബ്ലാഞ്ചിങ് പറയുക inactivation is achieved by process called called uh, blanching uh, ചെയ്യുന്ന എൻസൈംസ് വെജിറ്റബിൾസ് വെജിറ്റബിൾസിലെ എൻസൈംസ് ഇനാക്ടിവേഷൻ ചെയ്യേണ്ട ഒരു പർപ്പസ് കൂടി ഉണ്ട് കാണാം അല്ലെങ്കിൽ പെട്ടെന്ന് റൈറ്റ് ചെയ്തു പോകും പെട്ടെന്ന് പ്രൊഡക്റ്റ് മോശമായി പോകാൻ സാധ്യത അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ബ്രൂവിംഗ് ഇൻഡസ്ട്രിയില് വലിയ തോതിൽ എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ട് ബാളി ബ്രൂ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ചീസ് പ്രൊഡക്ഷനില് ടെൻഡറൈസിംഗ് ഓഫ് മീറ്റ് മീറ്റിന്റെ പ്രോസസ്സിലൊക്കെ എൻസൈമിന്റെ യൂട്ടിലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജനറൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഇൻഡസ്ട്രിയിലെ എൻസൈമാറ്റിക് ബ്രോണിങ് പറയുന്നുണ്ട് due to the activity of group enzymes called phenolase ഇതാണ് നോർമലി നമുക്ക് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം ജനറൽ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞതിൽ ഒരു ഡീറ്റെയിൽ കെമിസ്ട്രി ഒന്നും വന്നില്ല കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഡീറ്റെയിൽ കെമിസ്ട്രി വന്നത് ബാക്കി എല്ലാ ടോപ്പിക്സും അതിന്റെ ഒരു ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്കൊരു വൈറ്റമിൻസിന്റെ ടോപ്പിക് ഉണ്ട് വൈറ്റമിൻസ് ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ വൈറ്റമിൻസ് ഒരുപാട് പറഞ്ഞതാണ് ആസ് യൂഷ്വൽ നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ആദ്യം പറയുന്നത് വൈറ്റമിൻസിന്റെ main classification fat soluble and water soluble vitamins ആണ് അങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് വൈറ്റമിൻസിനെ ഏറ്റവും ആദ്യം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പൊതുവെ vitamin A D E and K K ആണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്നാണ് കാറ്റഗറിയിൽ വരുന്നത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് പറയുന്നത് ബി കോംപ്ലക്സ് ആണ് ബി എന്ന് പറയുന്നതല്ല പിന്നെ സി ഇതൊക്കെയാണ് fat soluble and water soluble vitamins അതിന്റെ ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് വൈറ്റമിൻസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്തിന് അപ്പൊ ഓരോ വൈറ്റമിൻ്റെയും ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് അതിന്റെ അത് എവിടെ നിന്നാണ് ആ വൈറ്റമിൻസ് കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഏരിയ മൊത്തം അതാണ് ഈ ഒരു ഏരിയ മുഴുവൻ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും വൈറ്റമിൻ എ e എന്താ എ എന്താണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ uh, എന്താണ് അതിന്റെ ഒരു പർപ്പസ് എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് uh, എന്താണ് അത് എവിടെ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതുമാതിരി തന്നെ ഓരോ വൈറ്റമിൻ്റെയും പറയുന്നുണ്ട് എസ്പെഷ്യലി ഇപ്പൊ വൈറ്റമിൻ ഡി എന്നൊക്കെ പറഞ്ഞ സൺലൈറ്റ് യു വി ലൈറ്റിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ അത് ഓരോ വൈറ്റമിന്റെയും dietary source physiological function deficiency disease hypervitaminosis ഇതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറഞ്ഞ ഒരു ഒരു കണ്ടീഷൻ ഉണ്ട് അതും ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഡെഫിഷ്യൻസി പോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ വൈറ്റമിൻ മിക്സ്ചേഴ്സും സിറപ്പുകളൊക്കെ വലിയ തോതിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ വൈറ്റലിൻ കണ്ടീഷൻസ് വരും അതും വലിയ സിവിയർ ഇഷ്യൂസ് ആണ് mental and physical growth retardation kidney damages പിന്നെ അനോമിലിറ്റീസ് ഗ്രോത്ത് അത് പലപ്പോഴും പല രീതിയിലായിരിക്കും അങ്ങനെയുള്ള ഹൈപ്പർ വൈറ്റമിൻ ഇഷ്യൂസും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓരോ വൈറ്റമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ആപ്ലിക്കേഷൻസ് അതിന്റെ സോഴ്സസ് ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു കേട്ടുള്ളൂ ഈ സ്ട്രക്ചർ നോക്കി വെച്ചാൽ മതി ഇത് മുഴുവനും ഇപ്പൊ എല്ലാവർക്കും കെമിസ്ട്രി കംപ്ലീറ്റ് മുഴുവൻ പഠിക്കുക ആ സ്ട്രക്ചർ ഓർത്ത് പഠിക്കണമെന്നില്ല എല്ലാം വലിയ സ്ട്രക്ചറാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക പിന്നെ ഓരോ ടൈപ്പ് ഓഫ് വൈറ്റമിൻസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അതിന്റെ ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞ സെയിം ടേബിൾ തന്നെയാണ് അപ്പോൾ അവിടെ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം വാട്ടർ സോലബിൾ മെയിൻ മെയിനായിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് വൈറ്റമിൻ ബിയിനൊക്കെ ഒരു കെമിക്കൽ നെയിം കൂടി ഉണ്ടാവും ഈ vitamin B one that is thiamine ഇങ്ങനെയുള്ള പേരുകൾ ഒന്ന് ഓർത്ത് പഠിക്കുക അത് നമ്മുടെ എക്സാമിന് നമുക്ക് അല്ലാത്തപ്പോഴും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതിന്റെ സോഴ്സ് ഫങ്ഷൻസ് ഡെഫിഷ്യൻസി ഇതാണ് മെൻഷൻ ചെയ്ത് പോയിരുന്നത് അതൊന്നും ഓരോന്നും നമ്മളുടെ അടുത്ത് പറയേണ്ട ടേബിൾ ഫോമിലാണ് ഓട്ടോമാറ്റിക്കലി അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നോക്കി പോവുക അതിന്റെ പേരുകൾ ഓർത്തിരിക്കുക വൈറ്റമിൻ സി എന്താണ് അസ്കോർട്ടിക് ആസിഡ് ആണ് വൈറ്റമിൻ ബി വൺ എന്നാണ് തയമിൻ എന്നാണ് അതിന്റെ ഫുഡ് ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അത് ഇപ്പോൾ നമുക്ക് ഹീറ്റ് ഒരുപാട് ഹീറ്റ് ചെയ്താൽ വൈറ്റമിൻസ് എല്ലാം ലോസ് ആയി പോകും അപ്പോ baking and heating cooking of the food is important thing to retain the vitamin the food അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ വൈറ്റമിൻസിന്റെ ഇമ്പോർട്ടൻസ് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് പിന്നെ ക്ലാസ് പിന്നെ വരുന്നത് മിനറൽസ് ആണ് മിനറൽസ് നമുക്ക് ക്ലാസിഫി ക്ലാസിഫിക്കേഷൻ ഉണ്ട് ട്രേസ് എലമെന്റ്സ് ആണ് എസെൻഷ്യൽ എലമെന്റ്സ് ടോക്സിക് എലമെന്റ്സ് അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എസെൻഷ്യൽ എലമെന്റ് ബയോളജിക്കൽ റോൾസ് ഉള്ളതാണ് non essential element with unknown functions ആണ് ടോക്സിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പർപ്പസുകളൊന്നും ഇല്ലാത്ത കൈൻഡ് ഓഫ് മിനറൽസിനെയാണ് പറയുന്നത് macro minerals and micro minerals നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് മാക്രോ മിനറൽസിൽ നമുക്ക് പറയുന്നത് കാൽഷ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം സോഡിയം തുടങ്ങിയ സാധനങ്ങളെയാണ് മിനറൽസിനെയാണ് നമ്മൾ മാക്രോ മിനറൽസ് എന്ന് പറയുന്നത് അത് നമുക്ക് അതിന്റെ ഫുഡ് സോഴ്സും ഫിസിയോളജിക്കൽ റോളും ഫുഡ് ആപ്ലിക്കേഷനും പറഞ്ഞു പോകുന്നുണ്ട് ഇതും ലൈക്ക് വൈറ്റമിൻസ് നിങ്ങൾ നോക്കി പോവുക അതിലും ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല നമ്മളൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകാനൊന്നും സമയമില്ല ജസ്റ്റ് ഒന്ന് ഒരു നമ്മളൊന്ന് ഒരു ഗ്ലിംസ് ഓഫ് ലൈറ്റ് ഈ ഏരിയയിലേക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മാക്രോ മെറ്റൽസ് അല്ലെങ്കിൽ മിനറൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത് അതുമാതിരി തന്നെ ട്രേസ് എലമെന്റ്സ് പറയുന്നുണ്ട് അവിടെയാണ് essential trace elements possibly trace elements non essential trace elements അതിന് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് food sources physiological and food applications some trace elements trace എലമെന്റ്സിനെ നമ്മൾ പൊതുവെ മെറ്റൽസ് ഹെവി മെറ്റൽസ് പൊതുവെ ക്ലാസിഫൈ ചെയ്ത് പറയാറുണ്ട് അതിന്റെ സോഴ്സസ് ഉണ്ട് ബയോളജിക്കൽ ഫിസിയോളജിക്കൽ റോൾ ഉണ്ട് ഫുഡ് ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരുപാട് ലിമിറ്റ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് national international agencies limit mention ചെയ്തിട്ടുണ്ട് ആ ലിമിറ്റ് എക്സ്റ്റീഡ് ചെയ്യാതെ നമ്മൾ ഡെയിലി യൂസിൽ ഇത് കൊണ്ടുവരണം അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എസ്പെഷ്യലി നമ്മുടെ കിഡ്നി ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ മെറ്റൽസിന്റെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് effect of food processing items and minerals minerals എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരിയാണ് ഫുഡ് കുക്ക് ചെയ്യുമ്പോഴും പ്രോസസ് ചെയ്യുമ്പോഴും ഇതിലുണ്ടാകുന്ന ലോസ് എന്തൊക്കെയാണ് എസ്പെഷ്യലി വൈറ്റമിൻസിനാണ് ഒരുപാട് ലോസ് സംഭവിക്കുന്നത് പ്രോസസ്സിംഗിൽ കുക്കിംഗ് ടെമ്പറേച്ചർ പി എച്ച് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇതെല്ലാം അനുസരിച്ച് ലോസ് ഉണ്ടാവും അപ്പൊ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത് ലൈക്ക് ദാറ്റ് മിനറൽസിൽ ഓൾസോ കുക്കിംഗ് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് കൊണ്ട് അല്ലെങ്കിൽ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ട് എങ്ങനെയാണ് മിനറൽസിൽ ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് വരുന്ന ടോക്സിക് മെറ്റൽസും അതിന്റെ സിംറ്റംസും ആണ് different type of toxic metals ഉണ്ട് അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫുഡിൽ വരുന്നുണ്ട് കുറേയൊക്കെ നമുക്ക് മൈക്രോ മിനറൽസ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ബട്ട് അതിന്റെ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഓരോന്നിന്റെയും സോഴ്സസും അതുണ്ടാകുന്ന സിംറ്റംസും പറയുന്നുണ്ട് എസ്പെഷ്യലി മെർക്കുറിയുടെ അറിയാം സീ ഫുഡിലൊക്കെ ഒരുപാട് കണ്ടാമിനേറ്റഡ് ആയിട്ട് മെർക്കുറി ലൈറ്റൊക്കെ വരുന്നുണ്ട് കടലിൽ ഒരുപാട് കണ്ടാമിനേഷൻസ് ഉള്ളതുകൊണ്ട് അത് റെസിഡ്യൂ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അടുത്തൊരു പ്രശ്നം metal uptake from canned foods ഇപ്പൊ ക്യാൻഡ് ഫുഡ് നമുക്ക് റെഗുലർ ആണ് നമുക്കറിയാം എസ്പെഷ്യലി മീറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ ക്യാൻഡ് ഫുഡിൽ വരുമ്പോൾ ക്യാനിൽ നിന്ന് ലീച്ച് ചെയ്തിട്ട് മീറ്റിലേക്ക് വരുന്ന മെറ്റൽസ് ആ മെറ്റൽസ് ഉണ്ടാകുന്ന കണ്ടാമിനേഷൻസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് പിന്നെ ഫോർട്ടിഫിക്കേഷൻ നീഡ്സ് ആൻഡ് ടൈപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഫോർട്ടിഫിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്രോസസ്സിംഗിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വൈറ്റമിൻസിന്റെയും മിനറൽസിലേക്ക് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിൽ ഫോർട്ടിഫിക്കേഷൻ നടക്കും അപ്പോൾ അത് അലൗഡ് ആണ് ഫോർട്ടിഫിക്കേഷൻ അതിന് കൃത്യമായ ലോസ് ഉണ്ട് അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് നയൻറ്റീൻ നയൻറ്റി സെവനിൽ parliament pass law making sale of iodised salt mandate okay അപ്പോൾ അയഡൈസേഷൻ ഒരു എൻറിച്ച്മെന്റ് പ്രോസസ് ആണ് ശരിക്കും പറഞ്ഞാൽ enrichment refers to adding nutrients in the food to maintain the amount that present in food before its processing Fortification according to food fortification has been defined as the addition of one or more essential nutrients to your food, whether or not it is normally containing food or the purpose of preventing. Okay. അപ്പൊ അങ്ങനെയാണ് പറയുന്നത് സോൾട്ടിൽ അപ്പോൾ അയഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ fortification not enrichment it's fortification adding അല്ലെങ്കിൽ അയൺ കൂടുതൽ ആഡ് ചെയ്ത് ഫോർട്ടിഫൈ ചെയ്യുന്നതിനാണ് പറയുന്നത് അപ്പം ഡിഫറെന്റ് ഫുഡ് പ്രൊഡക്ട്സിലുള്ള ഫോർട്ടിഫൈങ് ഏജൻസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രോസസ്സിങ്ങിലും സ്റ്റോറേജിലും കുക്കിങ്ങിലൊക്കെ ലോസ് ആയി പോകാൻ സാധ്യതയുള്ള വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയ സാധനങ്ങളാണ് ഫോർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് ഫുഡ് ബാലൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ഒരു ഏരിയ പറയുന്നത് അതും ഒരു ജനറൽ ഏരിയാസ് ആണ് ഇവിടെ ഈ രണ്ട് ടേംസ് വരുന്നത് ഇത് രണ്ടുമാണ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോർട്ടിഫിക്കേഷൻ പിന്നെ ഒരു ടാബ്ലറ്റ് ഫോമിൽ നമ്മൾ എന്തൊക്കെയാണ് ഫോർട്ടിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത് എല്ലാവരും അതും ഒന്ന് കൃത്യമായിട്ട് നോക്കുക അടുത്തൊരു ടോപ്പിക് വാട്ടറിനെ കുറിച്ചാണ് വാട്ടറിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് വാട്ടറിന്റെ സ്ട്രക്ചർ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ലൈവ് സ്ട്രക്ചർ ഉണ്ട് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ഉണ്ട് രണ്ട് തരം സ്ട്രക്ചർ ഉണ്ട് എച്ച് ടു ആണ് വാട്ടറിന്റെ മോളിക്കുലർ സ്ട്രക്ചർ മോളിക്കുലർ ഫോമുല അപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് അതിന്റെ ആംഗിൾ ബോണ്ട് ആംഗിൾ എത്രയാണ് അങ്ങനെ അതിന്റെ ഒരു കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ വാട്ടർ മോളിക്യൂളിന്റെ സ്പെഷ്യാലിറ്റി അത് ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും മോളിക്യൂൾ ടു മോളിക്യൂൾ അത് ഹൈഡ്രജൻ ബോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വാട്ടർ അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് melting point boiling point specific heat ഇത് ഇതൊക്കെ ഒരു ബേസിക് ആണ് നമ്മൾ സ്കൂൾ ലെവലിൽ തൊട്ട് പഠിച്ചു വരുന്നതാണ് അപ്പോൾ പക്ഷെ ഈ പോയിന്റുകളൊക്കെ ഒന്ന് എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം കാരണം സിമ്പിൾ ഡെഫിനേഷൻസ് ചോദിക്കാൻ പറ്റുന്ന areas what is melting point ആ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡെഫിനേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഇത് സ്പെസിഫിക് ടെമ്പറേച്ചറിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും ഹീറ്റ് ഓഫ് ഫ്യൂഷനോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റോ ഹീറ്റ് കപ്പാസിറ്റിയോ അങ്ങനെ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവിടെ വരുന്നത് regarding density of water also mention ചെയ്യുക അതിന്റെ കേജ് സ്ട്രക്ചർ ഓഫ് ഐസ് അപ്പൊ ഡെൻസിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് സ്ട്രക്ചർ ഓഫ് ഐസ് പിന്നെ വാട്ടറിന് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് അടുത്തൊരു ടൈം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് പറഞ്ഞാൽ വാട്ടറിൽ ഒരു ചാർജ് സപ്രേഷൻ അറിയാൻ വേണ്ടി ഓക്സിജൻ ആണ് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അനുസരിച്ച് അതിന്റെ വാട്ടർ മോളിക്യൂളിന്റെ മുകളിലുള്ള ഇലക്ട്രോ ഇലക്ട്രിക് ചാർജിന്റെ ക്ലൗഡിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കോൺവെക്സേഷൻ അപ്പൊ അതൊരു ഡയലക്ട്രിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും അപ്പൊ അതാണ് വാട്ടർ ഡയലക്ട്രിക് കോൺസ്റ്റന്റിനെ കുറിച്ച് പറയുന്നത് പിന്നെ ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് എന്നുള്ള ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത് ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ മോളിക്യൂൾസ് ആണ് എപ്പോഴും വാട്ടർ ഡിസോൾവ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന മോളിക്യൂൾസിനാണ് ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് വാട്ടർ ഫിയറിംഗ് മോളിക്യൂൾസ് ആണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ ടെൻഡൻസ് കുറഞ്ഞ മോളിക്യൂൾസിനാണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് okay another property of water is called supercooling which is important in preservation അത് പ്രിസർവേഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് it refers to cooling the pure water below zero degree centigrade to about minus forty degree supercooling finds application the storage of food products like fruits and vegetables okay fruits and വെജിറ്റബിൾസിന്റെ സ്റ്റോറേജ് നോക്കി ഏറ്റവും കൂടുതൽ യൂസ് ഒരു പ്രോപ്പർട്ടിയാണ് സൂപ്പർ കൂളിംഗ് ഇതാണ് വാട്ടറിന്റെ മറ്റൊരു പ്രത്യേകത പിന്നെ വാട്ടർ ആൻഡ് ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞാണ് മെയിൻലി മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റിയാണ് വാട്ടർ ആൻഡ് ഫുഡിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് ഫുഡ് ഉണ്ട് നോൺ ഹൈഗ്രോസ്കോപ്പിക് ഫുഡ് ഉണ്ട് അത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫുഡിന് ഹൈഗ്രോസ്കോപ്പിക് ഫുഡ് എന്ന് പറയും ടൈപ്പ് ഓഫ് വാട്ടർ പറയുന്നുണ്ട് വാട്ടർ പെർസെൻറ്റേജ് പറയുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറിന്റെ കണ്ടന്റിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബൗണ്ട് വാട്ടർ ബെസ്റ്റ് വാട്ടർ അതായത് physically or chemically bound to other food components നമ്മൾ ഈ ബൗണ്ട് വാട്ടറിലാണ് പൊതുവെ ആ വാട്ടർ ആക്ടിവിറ്റി നിന്നും ടൈം വരുന്നത് free water is the water bulk water free from any other constituents okay അത് ഫ്രീ വാട്ടർ ആണ് പറയുന്നത് പിന്നെ മോയ്സ്ചർ മോയ്സ്ചർ കണ്ടന്റിനെ കുറിച്ചാണ് അത് നമ്മളെ അനലിറ്റിക്കൽ സൈഡിൽ നമ്മൾ നോക്കിയതാണ് അതിന്റെ ഇക്വേഷൻ അതിന്റെ മെത്തേഡ്സ് നോക്കിയതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസിലുള്ളതാണ് അതൊരു മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ വാട്ടറിലെ നോക്കുന്ന ഒരു പ്രധാന ഘടകമാണ് then comes water activity it's an important thing നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് വാട്ടർ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് അതെങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് അതിന്റെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട് water activity defined as ratio of vapor pressure of water in a food item P to the vapor pressure of pure water at the same അപ്പോൾ വാട്ടറിലുള്ള ഒരു ഒരു പർട്ടിക്കുലർ ഫുഡിലുള്ള vapour pressure divided by vapour pressure pure water at the same temperature ആണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് relative humidity of air defined ratio of vapour pressure of air to it saturation vapour pressure അപ്പോൾ ആ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഹ്യൂമിഡിറ്റിയുടെ ഡെഫിനേഷൻ ആണ് okay that's regarding water activity water activity different പ്രൊഡക്ട്സിന്റെ മെഷർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ മെഷർമെന്റ് ഓഫ് വാട്ടർ ആക്ടിവിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് പൊതുവെ ഇപ്പോൾ നമുക്ക് വാട്ടർ ആക്ടിവിറ്റി മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് വാട്ടർ ആക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് സിസ്റ്റം ഷുഡ് ബീൻസ് ഇക്വിബ്രേഷൻ എന്തൊക്കെ condition requirements must be met measurements measurements എടുക്കുന്നതിന് മുമ്പ് ഇത്തരം ക്രൈറ്റീരിയാസ് കൂടി മെറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ പിന്നെ നമുക്ക് സോപ്ഷൻ ഐസോതേമിനെ കുറിച്ച് പറയുന്നുണ്ട് സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ family to important water related isotherms water content ആവുന്നു മോസ്റ്റർ കണ്ടന്റ് ആയിരുന്നു water activity content food it's a higher moisture content normally means large water activity okay അതിന്റെ വാട്ടർ ആക്ടിവിറ്റിയുടെ ഒരു കർവാണ് സോപ്ഷൻ കർവ് അത് നമുക്ക് വാട്ടർ അബ്സോർബിങ് റീജിയൻ വൈസ് തിരിച്ചിട്ട് അതിന്റെ അബ്സോർപ്ഷൻ റേറ്റിന് റീജിയൻ വൈസ് തിരിച്ചിട്ട് സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നതാണ് വാട്ടർ ആക്ടിവിറ്റിയുടെ ഒരു കർവായിട്ടാണ് സോപ്ഷൻ കർവിനെ പറയുന്നത് അപ്പൊ മൂന്ന് റീജിയനായിട്ട് തിരിക്കും region one region two region one is region two and region three അതാണ് അതിൽ വരുന്നത് significance sorption and desorption isotherms അതിന്റെ പർപ്പസ് എന്താ എന്താണെന്നുള്ളതാണ് മെയിനായിട്ട് ആ പോയിന്റിൽ പറയുന്നത് പിന്നെ ഫുഡ് സ്പോയിലേജിൽ വാട്ടറിലുള്ള is a natural decay. It is a result of moisture loss through uh, respiration or evaporation of water and the action of enzymes present by the oxidation, uh, browning and ripening process okay നമുക്ക് ഒരുപാട് എൻസൈംസ് ഫുഡിലുണ്ടാകും അതിൻ്റെ ആക്ടിവിറ്റി uh, മൂലം ഉണ്ടാകുന്ന respiration actually vegetables and fruits ഈ റെസ്പിറേറ്റ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് പഠിച്ചത് because of this enzyme action അപ്പോൾ അതുകൊണ്ട് അട്രാക്റ്റീവ് വേരിയേഷൻ നാച്ചുറൽ ഡിക്കേ സംഭവിക്കാം contamination of microorganism obviously നമുക്കറിയാം വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും മൈക്രോ ഓർഗാനിസം പ്രിഫർ ചെയ്യുന്ന ഒരു ലിവിങ് കണ്ടീഷനാണ് സോ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൈക്രോ ഓർഗാനിസം ഗ്രോത്ത് ഉണ്ടാവും ദെൻ കംസ് വാട്ടർ ആക്ടിവിറ്റിയുടെ റോളാണ് നമ്മൾ ആദ്യമേ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മെയിൻലി മൈക്രോബിയൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വാട്ടർ ആക്ടിവിറ്റിയുടെ റോള് അപ്പോൾ അതിന് ഓരോ സ്കെയിൽ കൊടുത്തിട്ടുണ്ട് ഓരോ റേഞ്ചിനുള്ളിൽ അതിൻ്റെ അകത്ത് എന്ത് തരം വേരിയേഷനാണ് ഫുഡിൽ വാട്ടർ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഓരോ പോയിന്റും പറഞ്ഞു പോകുന്നത് ഓക്കെ പിന്നെ വന്നിട്ട് വാട്ടർ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് water quality is big area for the testing also നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ഉണ്ട് ഗൈഡ് ലൈൻസ് ഉണ്ട് ഫോർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് അപ്പോൾ അതിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ലൈറ്റ് ഡാർക്കിറ്റി colour odour taste temperature dielectric constant അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കുറെ ടൈംസ് ഉണ്ട് ആ ടൈംസിന്റെ എക്സ്പ്ലനേഷൻസും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം direct word to word explanation ആണ് ഇതിനൊന്നും ഒരു ടെക്നിക്കൽ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്താണ് വാക്ക് ജനറൽ മീനിങ് അത് തന്നെയാണ് ആക്ച്വലി അതിന്റെ ഡെഫിനേഷൻസ് സിംപിൾ വായിച്ച് നമുക്ക് പോകാവുന്നതാണ് പിന്നെ അടുത്ത് വന്നിട്ടാണ് അതിന്റെ കെമിക്കൽ മെയിൻ ആയിട്ട് ഹാർഡ്നെസ് ആണ് നമുക്കറിയാം കാൽഷ്യം ആൻഡ് മഗ്നീഷ്യത്തിന്റെ പെർസെൻറ്റേജ് കൂടുമ്പോഴാണ് വാട്ടർ ഹാർഡ് ആവുന്നത് നമുക്ക് വെൽ വാട്ടറിലും നമുക്കത് അറിയാവുന്നതാണ് സോ ഹാർഡ്നസ് ഓഫ് വാട്ടറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഹാർഡ്നസ് റേഞ്ച് പറയുന്നുണ്ട് സോഫ്റ്റ് വാട്ടറിന്റെ ഏതാണ് റേഞ്ച് പി പി എം ആണ് പാർട്സ് പെർ മില്യൺ ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എത്ര മൈക്രോഗ്രാം അടങ്ങിയിട്ടുള്ളതാണ് zero to seventy five microgram per litre ആണ് സോഫ്റ്റ് വാട്ടറിന് അലോഡ് റേഞ്ച് അതിന് മുകളിലാണെങ്കിൽ അതിന് മീഡിയം വാട്ടർ വൺ ഫിഫ്റ്റിക്ക് മുകളിലാണെങ്കിൽ വെരി ഹാർഡ് വാട്ടർ സ്മൂത്തായിട്ട് നമ്മൾ തിരിക്കും ബോയിലിങ് ചെയ്തിട്ട് നമുക്കൊരു പരിധി വരെ ഹാർഡ്നെസ് കുറയ്ക്കാൻ പറ്റും ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട് മൈക്രോബിയൽ പാരാമീറ്റേഴ്സ് നോക്കുന്നതാണ് ഓക്കെ വാട്ടർ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് പല വാട്ടർ സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് for drinking water I C standards ഉണ്ട് CPHEO central public health organisation W H ഓരോരുത്തർക്കും വാട്ടർ ബേസിക് ഫുഡാണ് വാട്ടർ അപ്പോൾ അതൊക്കെയാണ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മോയ്സ്ചർ വാട്ടർ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക വായിക്കാം സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സിൽ പറഞ്ഞു പോവാൻ പ്ലാൻ ചെയ്തത് ഉള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ topics not in detail but നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതിന് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ് എനിക്കും അറിയാം അപ്പോൾ എല്ലാവരും മെറ്റീരിയൽ നന്നായിട്ട് യൂസ് ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക പിന്നെ അസൈൻമെന്റ്സ് ക്ലിയർ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക